ദാറ്റ് ഹാസ് ഓൾറെഡി ഒക്വേഡ് നേരത്തെ തന്നെ കഴിഞ്ഞ ഒരു കാര്യങ്ങളാണ് എഫക്റ്റ് അവിടെ നടന്നു കഴിഞ്ഞു അതിന്റെ കോസ് അന്വേഷിച്ചിട്ട് പോവാണ് എക്സ്പോസ് ഫാക്ടോ റിസർച്ചിൽ ഒരു സംഭവം കഴിഞ്ഞു ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ചൈൽഡ് ഡെലിക്വന്റ് ആണ് നമ്മുടെ ജയറാമിന്റെ ഒരു സിനിമയിൽ കാണുന്നുണ്ട് ഇല്ലേ ഡെലിക്വന്റ് ആയിട്ടുള്ള അതേപോലെ ഡെലിക്വന്റ് ആയിട്ട് നിങ്ങളുടെ പുസ്തകത്തിലെ ഉദാഹരണം തന്നെയാണ് പറയുന്നത് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റി ഓൾറെഡി കഴിഞ്ഞു ഇങ്ങനെ ഒരു ആക്ടിവിറ്റി എന്തുകൊണ്ട് ആ കുട്ടി ആയി അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി നടത്തി പുറകോട്ട് പോവുകയാണ് ഈ കുട്ടി ഉണ്ടായപ്പോൾ മുതലുള്ളത് ചോദിച്ചു പോവുകയാണ് ആരുടെ അടുത്ത് പോയിട്ട് പേരൻസിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് അവിടെ ആ വേരിയബിളിനെ ഒരു കൺട്രോളും ഇല്ല വേരിയബിൾ അവിടെ ഉണ്ട് അതിന്റെ എഫക്റ്റും അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ അതിന്റെ റൂട്ട് കോസ് അന്വേഷിച്ചിട്ട് പോകുന്ന സ്റ്റഡീസ് ആണ് അപ്പൊ നമ്മൾ പുറകോട്ട് പുറകോട്ട് പോകും ഫാമിലി സ്കൂള് ഗ്രൂപ്പ് എഫക്ട് ഇത് നെയ്ബർ സോഷ്യലൈസേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചു പോവുകയാണ് എക്സ്പോസ് ഫാക്ടർ റിസർച്ചിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റിസർച്ച് നമ്മൾ നടത്തുമ്പം ഇനി അതിനെ ഒരു കുറച്ച് നമുക്ക് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വന്നിട്ടുണ്ട് ഈ റിസർച്ച് നടത്തുമ്പം the research has a control or a comparison group എന്നാണ് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടാവും ഓർ ഒരു കമ്പാരിഷൻ ഗ്രൂപ്പും ഉണ്ടാവും അതായത് ഇതേ ബിഹേവിയറിലുള്ളത് ഇതേ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഡെലിക്കൻ ചിൽഡ്രൻ നിർത്തുന്ന സ്ഥലങ്ങളുണ്ട് ഓരോ ജില്ലയിലുമുണ്ട് അപ്പൊ നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള കുറെ അധികം കുട്ടികളെ കിട്ടും അപ്പൊ അതിനെ നമ്മൾ നോക്കുകയാണ് ഒരു നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ആ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ പുറത്തുള്ള കുട്ടികളെ എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ രീതിയിൽ കമ്പാരിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പിനെ കൂടെ എടുക്കുന്നു അങ്ങനെ രണ്ട് ഗ്രൂപ്പിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു അതായത് ഡെലിക്കൻ്റ് ആയിട്ടുള്ള കുറെ കുട്ടികളെ എടുത്തിട്ടുണ്ട് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചു പോവാണ് കൾച്ചറൽ സോഷ്യൽ എല്ലാം എന്നിട്ട് ഇപ്പുറത്ത് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിനെ നിർത്തിയിരിക്കുകയാണ് അത് പുറത്തുള്ള ഗ്രൂപ്പാണ് എന്ത് എന്തുകൊണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത് സെക്കൻഡ് ക്യാരക്ടർ അവർ പറയുന്നത് the behaviour action even for the treatment independent variable of the research cannot be manipulated or change ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ റിസർച്ചറിന് യാതൊരു കാരണവശാലും ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് തന്നിട്ടില്ല റിസർച്ച് എന്ന നിലയിൽ ഇപ്പൊ ഞാൻ പോവുകയാണ് എനിക്കിവിടെ അടുത്ത് തന്നെയുണ്ട് പോലീസ് ക്യാമ്പിനോട് ചേർന്ന് തന്നെ ഈ കുട്ടികളെ നോക്കുന്ന സ്ഥലമുണ്ട് ഞാൻ അവിടെ ചെല്ലുകയാണെങ്കിൽ എനിക്ക് ഈ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് അവർക്ക് വേണമെങ്കിൽ അവരോട് ചോദിച്ചെല്ലാം മനസ്സിലാക്കാന്നല്ലാതെ ഇവരെ ഒരു തരത്തിലും ട്രീറ്റ്മെന്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന സ്റ്റെപ്സ് പഠിച്ചിരുന്നു റിസർച്ചിന്റെ അതിനകത്തൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ട്രീറ്റ്മെന്റിന് ഇത് ചെയ്യാനുള്ളത് എനിക്കില്ല എനിക്ക് പോകാം എന്റെ സ്റ്റഡീസ് നടത്താം ഞാൻ അവിടെ പോയി ഫ്രണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ഇവരുള്ളത് ഞാൻ പോകുന്ന സ്ഥലമാണ് അപ്പൊ ഞാൻ അവിടെ പോയി ഈ കുട്ടികളെയൊക്കെ കണ്ടു കുറെ കുട്ടികളുണ്ട് അവിടെ അവരെല്ലാം കണ്ടു ഞാനൊരു അമ്പത് കുട്ടികളെ എടുത്തു അതിനകത്തുനിന്ന് എനിക്ക് ആവശ്യമായ എന്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് എടുത്തു എന്നിട്ട് ഈ കുട്ടികളെ ഞാൻ സ്റ്റഡി ചെയ്യുകയാണ് ഓരോരുത്തരെയും സ്റ്റഡി ചെയ്തു ഇൻഡിവിജ്വൽ ഡിഫറൻസിന് അനുസരിച്ച് അവരുടെ ക്രിമിനൽ മെന്റാലിറ്റിക്കും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ദെൻ ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ പുറത്ത് സ്കൂളിൽ ഒരു അൻപത് കുട്ടികളെയും കൂടി എടുത്തു നോർമൽ ആയിട്ടുള്ള കുട്ടികളെ എന്നിട്ട് ഇതിലെനിക്ക് ഈ കുട്ടി ഈ ഡെലിക്കൻ്റ് ആയിട്ടുള്ള കുട്ടികളെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് അവിടുന്ന് സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് എടുക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ research focus on the effects research എന്ന കോഴ്സ് കാരണമായിരിക്കുന്നതിൽ റിസർച്ചറിന് ഒന്നും ചെയ്യാനില്ല എഫക്റ്റ് എന്ത് വന്നു എന്നുള്ളത് മാത്രമേ അവിടെ പ്രാധാന്യം വരുന്നുള്ളൂ എക്സ്പോസ് ഫാക്ടർ റിസർച്ചിലെ എഫക്റ്റിന് മാത്രമേ പ്രാധാന്യമുള്ളൂ ഇത്ര ഇത്ര കാര്യങ്ങൾ ഇവർ ചെയ്തിരിക്കുന്നു എന്നതിന് അതേസമയത്ത് ഇതിന്റെ കോഴ്സ് എന്തൊക്കെയാണെന്ന് റിസർച്ചിന് സ്റ്റഡി നടത്താമെന്ന് മാത്രം ഇത് പേജ് നമ്പർ ട്വന്റി വൺ ആണ് കേട്ടോ നിങ്ങളുടെ സെക്കൻഡ് ബുക്കിലെ research tries to analyse how and what aspect of an event എങ്ങനെ എന്തുകൊണ്ട് ഇത് നടന്നു അത് കണ്ടെത്തണം ഇതൊക്കെ റിസർച്ചർ കണ്ടെത്തുകയാണ് പോയിട്ട് നമ്മൾ തന്നെ പോയി സ്റ്റഡി ചെയ്ത് എന്തുകൊണ്ടാണ് ഇത് നടന്നത് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടി ഇങ്ങനെയൊരു അത് ഒരു മർഡർ കേസ് ആണെങ്കിൽ ഈ പതിനെട്ട് വയസ്സിന് മുമ്പുള്ള കുട്ടിയാണ് എന്തുകൊണ്ട് ഇത് ചെയ്തു ഇത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം ഏതാണ് ഏതെങ്കിലും ഒരു പേര് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എത്തിരുന്നു ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് ഞാൻ എസ്കേപ്പ് മെക്കാനിസം അല്ലെങ്കിൽ ഉപരോധ തന്ത്രങ്ങൾ ഇട്ടിരുന്നു അതേപോലെയുള്ള അതിന്റെ ഏതിനാണ് എങ്ങോട്ട് മാറിയിട്ടാണ് ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണോ ഈ കുട്ടിയെ ജയിക്കാൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ പീർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ആണോ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് അപ്പൊ നമ്മൾ ഇത് കണ്ടുപിടിക്കും എന്താണ് എങ്ങനെയാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ സൈക്കോളജിസ്റ്റിന്റെ ഡ്യൂട്ടി കോടതിയിൽ കൊടുക്കാനുള്ള ഡ്യൂട്ടി നമുക്ക് ഇത് എന്തുകൊണ്ട് എങ്ങനെ വന്നു എന്നുള്ളതാണ് പിന്നെ ട്രീറ്റ്മെന്റ് വേറെ അത് നമ്മളവിടെ നടത്തുന്നില്ല പക്ഷെ ഇതിന്റെ ഒരു റൂട്ട് കോസ് കണ്ടെത്തി കൊടുക്കുന്നു ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എസ്കോസ് വാഗ്ദോയെ നേരെ വിപരീതമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഇത് റിസർച്ച് എസ്കോർസ് possible effects and causes possible ആയിട്ടുള്ള ഇനിയും വരാനുള്ളത് ഉണ്ടാവും എഫക്ട്സും കോസസും അതിന്റെ കാരണങ്ങളും നമ്മൾ കണ്ടെത്തി കൊടുക്കുന്നു ഈ ഒരാൾ വരികയാണെങ്കിൽ ഇത്രയുമാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ തന്നെ സ്റ്റെപ്സ് ഉണ്ട് റിസർച്ചിൽ സ്റ്റെപ്സ് ഉണ്ട് ഇതിനകത്ത് സ്റ്റെപ്സ് പറയുന്ന ഡിറ്റർമിനിങ് ദ പ്രോബ്ലം എക്സ്പോസ്റ്റോക്കില് പ്രോബ്ലം നമ്മൾ പോയി കണ്ടെത്തും കണ്ടെത്തല്ല ഓൾറെഡി ആ പ്രോബ്ലം അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ സെർച്ച് ചെയ്തൊന്നും പോകണ്ട നേരത്തേനകത്ത് നമ്മൾ ഐഡന്റിഫൈയിങ് ദ പ്രോബ്ലം ആയിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു സെർച്ച് ചെയ്ത് പോകണമായിരുന്നു പ്രോബ്ലം ഏതാണെന്നുള്ളത് ഇവിടെ നമ്മുടെ മുമ്പിൽ പ്രോബ്ലം നിൽപ്പുണ്ട് നമ്മളെ വിളിച്ചിട്ട് ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ് ഈ പ്രോബ്ലം പ്രോബ്ലം നമ്മുടെ കയ്യിൽ തന്നു എന്നിട്ട് നമ്മളോട് പറയുകയാണ് ഇത് നോക്ക് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു സെക്കൻഡ് ലിറ്ററേച്ചർ റിവ്യൂ നമ്മുടെ കയ്യിൽ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ലിറ്ററേച്ചർ ഇതേ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എത്രയുണ്ട് എന്ന് നോക്കും ഇങ്ങനെയുള്ള ഇതേ കൾച്ചറിൽ നിന്നും വന്നത് എനിക്കും മനസ്സിലാവുന്നുണ്ട് കൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഞാൻ സാധാരണ പോകുന്നത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ സാധാരണ പോകുന്നത് നമ്മുടെ പാലക്കാട് ഇതിലാണ് പോകുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പം കൂടുതലും ഈ കുട്ടികൾ വരുന്നത് ബാക്ക്വേർഡ് ബാക്ക്വേർഡ് കൾച്ചറാണ് ഞാൻ അങ്ങനെ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് ഒത്തിരി ബാക്കിൽ നിൽക്കുന്ന കൾച്ചറുണ്ട് ആ കൾച്ചറിൽ നിന്ന് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇതിൽ നമ്മുടെ ഇതിനകത്തേക്ക് ഈ ഒരു സ്ഥാപനത്തിൽ വരണമെങ്കിൽ ഇങ്ങനെയുള്ളവരെന്നാണ് വരുന്നത് ഹൈ കൾച്ചറിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട് പക്ഷെ അത് ഇവിടെ വരെ എത്തുന്നു അപ്പൊ ഈ എത്തുന്നതിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതേ ബാക്ക്ഗ്രൗണ്ടുള്ള വേറെ നമ്മൾ സ്റ്റഡി ചെയ്ത് നോക്കും എങ്ങനെയാണ് ഇതെന്ന് കുറെ അധികം സ്റ്റഡീസ് നോക്കേണ്ടി വരും അപ്പൊ ലിറ്ററേച്ചർ പോകും ദെൻ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോട്ടിസ്റ്റ് നമ്മൾ ഹൈപ്പോട്ടിസ്റ്റ് ഉണ്ടാക്കുക ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയും വീട്ടിലെ പ്രോബ്ലംസ് കൊണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ വീട്ടിലെ പോവർട്ടി ആവാം അല്ലെങ്കിൽ കുറെ അധികം കുട്ടികളുള്ളത് കൊണ്ടാവാം അല്ലെങ്കിൽ അവരുടെ കൾച്ചർ കൊണ്ടാവാം എന്തും എന്തും ആവാം നമ്മുടെ hypothesis giving steps of expose factor research first one is determining the problem expose factor research in exposed factor research, there is the researcher has no power. Only can check the what is happened. Then first one is uh, determining the problem. Determining the pro- problem. There already there there is a problem. we don't have to identify the problem, there is a problem. The second one, if we get the problem, then we went to look the literature review. Literature review we are getting from net, uh, Google search. We can get it from Google search. Then third, formulation of hypothesis. Formulation of hypothesis means, there are alternative hypotheses are there, null hypotheses are there, then we are getting the effect, then tentative assumptions. The next step, uh, designing the approach, which approach we have to design. Approach വന്നിട്ട് ബാക്കിയുള്ളവർക്ക് കേട്ടോ അപ്രോച്ച് വന്നിട്ട് ഇതെങ്ങനെയാണ് ഈ ഹൈപ്പോത്തിസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഇവർക്ക് വേണ്ടിയിട്ട് ചിലപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തേണ്ടി വരും ടെസ്റ്റ് അങ്ങനെ ഏതെങ്കിലും ഒക്കെ psychological tests we are using the എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റുകൾ ഏത് അപ്രോച്ച് എന്ന് ചെയ്യുന്നത് ആരാണ് സൈക്കോളജിസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ റിസർച്ചർ തന്നെയാണ് ഏത് അപ്രോച്ച് ആണ് അവിടെ applicable which approach is applicable for this then next one is validity of the research validity ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിവ്യൂ ലിറ്ററേച്ചർ പോയി നോക്കുന്നത് റിവ്യൂ ലിറ്ററേച്ചറിൽ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും ഇതിനു മുമ്പ് ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇതേ ടൂൾസ് ഒക്കെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കൊരിക്കലും ടൂൾസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിലിരിക്കുന്ന ആരും അത്രയും അങ്ങനെയുള്ള ആരും പി എച്ച്ഡിക്ക് വരില്ല ഓക്കെ അപ്പോൾ ടൂൾസ് അത് പി എച്ച് ഡിയും കഴിഞ്ഞിട്ട് പോസ്റ്റ് പി എച്ച് ഡി കഴിഞ്ഞതിന് ശേഷമുള്ളവരൊക്കെയാണ് അതിനകത്തേക്ക് പോവാറ് സാധാരണ ടൂൾസ് ഉണ്ടാക്കാൻ അതിനും നമുക്ക് റിയലിറ്റിയും വാലിഡിറ്റിയും കിട്ടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ടൂൾസ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് എടുക്കണം ഓക്കെ അപ്പം വാലിഡിറ്റി ഉണ്ടോ നോക്കുന്നത് ദേ അഞ്ച് സ്റ്റെപ്പ് കഴിഞ്ഞു after five six one interpretation of and conclusion ഇന്റർപ്രിറ്റേഷനും ഉണ്ട് കൺക്ലൂഷനും ഉണ്ട് അവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു ഇത്ര മാത്രം പെർസെൻറ്റേജ് ഇത്ര വരുന്നു എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ പഠിച്ചു പത്ത് സ്റ്റെപ്പ് പഠിച്ചിരുന്നു ദെൻ ഇവിടെ ആകെ ആറ് സ്റ്റെപ്പേ വന്നിട്ടുള്ളൂ ഇവിടെ നമ്മൾ ആ ഒരു ഡെലിക്കൻ ഡെലിക്കൻ്റ് ആയിട്ടുള്ള ചൈൽഡിനെ തന്നെയാണ് എടുത്തിരിക്കുന്നത് കുട്ടികളെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളത് എടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് എക്സ്പെരിമെന്റൽ ബുക്ക് എടുത്തിട്ട് ആണോ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ experimental research experimental research mainly used in science subjects such as physics chemistry medicine biology അങ്ങനെയുള്ളതിനാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് നമ്മൾ സാധാരണഗതിയിൽ വരുന്നത് പക്ഷേ ചില സമയത്തൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് relationship between human behaviour and mind അവിടെ നമ്മൾ ഈ ഹ്യൂമൻ ബിഹേവിയറും അവരുടെ മാനസികാവസ്ഥയും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സ്പെരിമെന്റൽ റിസർച്ച് ചെയ്യാറുണ്ട് എക്സ്പെരിമെന്റൽ റിസർച്ച് സൈക്കോളജിയിൽ ചെയ്യാറുണ്ട് ചെയ്യുന്നതിന് എന്തിനൊക്കെ പറഞ്ഞത് ഒരു ചെയ്യുകയാണെങ്കിൽ അതൊരു ഹോമോജിനിയസ് ഗ്രൂപ്പ് ആയിരിക്കും നമ്മൾ എക്സ്പെരിമെന്റ് റിസർച്ച് ചെയ്യുമ്പോൾ ഹോമോജിനിയസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പം അവരുടെ സൈക്കോളജി ലൈഫ് സയൻസ് സൈക്കോളജി പഠിച്ചതെന്ന് എനിക്കറിയില്ല ഏജ് ഉണ്ട് അഡോളസൻസ് ഗ്രൂപ്പ് എടുത്തു അവരുടെ ആൽക്കഹോളിസം അല്ലെങ്കിൽ അഗ്രഷൻ അങ്ങനെയുള്ളതൊക്കെ എടുക്കുകയാണെങ്കിൽ അഡിക്ഷൻ ചിലപ്പോൾ നെറ്റിനായിരിക്കും അഡിക്ഷൻ അപ്പൊ ആ ഒരു കാറ്റഗറി കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഏജ് അഡോളസൻസ് ഗ്രൂപ്പ് ആയിരിക്കും അതേപോലെ തന്നെ എടുക്കുന്ന ഡിസീസും ഒരേപോലത്തെ ആയിരിക്കും പക്ഷെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടും കൾച്ചറൽ ഡിഫറൻസും സോഷ്യൽ ഡിഫറൻസും ഒക്കെ ഉള്ളത് കൊണ്ട് പലരിലെയും സിംറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് ഹോമോജനിയസ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഇത് ഡിഫറൻസ് വരും എക്സ്പെരിമെന്റലിലായതുകൊണ്ട് ex master ex post factor റിസർച്ചിൽ നമ്മൾ അവരെ തുറന്നു വിട്ടിരിക്കുകയായിരുന്നു അവരെ എങ്ങനെ ഇട്ടിരിക്കുകയാണ് അവിടെ പോയിട്ട് നമ്മൾ സ്റ്റഡി നടത്താണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ നമ്മളുടെ കയ്യിലാണ് ഈ കുട്ടികൾ കുട്ടികളോ ആകട്ടെ കുട്ടികളെന്ന് മാത്രം ചിന്തിക്കേണ്ട അഡൾട്ട്ഹുഡിലാണെങ്കിലും ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ആ ഒരു ഏജില് പ്രിസ്ക്രിപ്ഷൻ വരാറുണ്ട് അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് വരാറുണ്ട് നമ്മൾ അവരെ മാത്രമാണ് എടുക്കുക അല്ലെങ്കിൽ ഫാമിലി പാത്തോളജി വരാറുണ്ട് ഫാമിലിയിൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെയാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവരെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെറുതെ വിടുന്നില്ല ഇവരെ ഇവരെ നമ്മൾ ഒരു കൺട്രോൾഡ് കണ്ടീഷനിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇവർക്ക് ഇന്റർവെൻഷൻസ് കൊടുക്കുകയാണ് ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് തെറാപ്പി കൊടുക്കുകയാണ് എടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണെങ്കിലും അവരെ നമ്മൾ എടുത്ത് നമ്മൾ നമ്മൾ വെച്ചിരിക്കുകയാണ് നമ്മളുടെ അടുത്ത് വെച്ചിരിക്കുകയാണ് ഇവരെ ഈ ഒരു ഗ്രൂപ്പിനെ എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഡി അഡിക്ഷൻ സെന്ററിലെ ആൾക്കാരെ കൊണ്ടുപോകുന്നത് അറിയാലോ അപ്പൊ അവരൊരു കൺട്രോൾഡ് ആയിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത് യെസ് അതേപോലെയാണ് യെസ് തിരുവിന്റെ ഗ്രൂപ്പിൽ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പൊ അവരെ നമ്മളവിടെ നിർത്തി അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് മെഡിസിനാണെങ്കിൽ മെഡിസിൻ കൊടുത്ത് മാറ്റിയെടുക്കുകയാണ് അതേ സമയത്ത് വേറൊരു ഉണ്ട് പുറത്തു നിൽക്കുന്നത് അവരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എസ്കോസ് ഫാക്ടർ റിസർച്ച് ആണെങ്കിൽ ഇത് രണ്ടെല്ലാം തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും കേട്ടോ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പും നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട് നേരത്തതിൽ നമുക്ക് എഫക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എസ്കോസ് ഫാക്ടോയില് നമ്മൾ പോയി കോസ് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ ആ കണ്ടുപിടിച്ച ആ കോസിനെ നമ്മൾ മാറ്റുന്നില്ല അതിന് കാരണമായതിനെ നമുക്ക് മാറ്റാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല ഇവിടെ നമ്മളോട് ആ കോസ് എന്താണ് എന്ന് കണ്ടുപിടിച്ച് അതിനെ മാറ്റിയിട്ട് അപ്പൊ നമ്മൾ അതിനെ മാറ്റിയെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർവെൻഷൻസ് കൊടുക്കുകയാണ് ഒരേ സമയത്ത് തരത്തിലുള്ള ഇന്റർവെൻഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സ്റ്റെപ്പിൽ പറഞ്ഞിരുന്നു ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ കുറെ കാര്യങ്ങള് കുറെ തെറാപ്പികൾ നമ്മൾ അവിടെ ചെയ്യുന്നു മെഡിക്കേഷൻ വേണമെങ്കിൽ മെഡിക്കേഷനും കൊടുക്കുന്നു ഏതൊരു സമയത്തും ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും കൂടിയാണ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും ഇവർക്ക് എത്രമാത്രം മാറ്റങ്ങൾ വന്നു എന്ന് റിസർച്ചർ അളന്നു തൂക്കി നോക്കുന്നുണ്ട് ഈ റിസർച്ച് നമുക്ക് വീണ്ടും ചെയ്യാൻ സാധിക്കുന്നതാണ് റിപ്ലിക്കബിൾ ആണ് ഇതേ കണ്ടീഷനിൽ അടുത്ത അഡോൾസൻസ് ഗ്രൂപ്പിനാണേലും അല്ലെങ്കിൽ അഡൽട്ട്ഹുഡ് ഗ്രൂപ്പിനാണേലും കൊണ്ടുവന്ന് ഇതൊക്കെ ഈ കൊടുത്ത ഇന്റർവെൻഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് ഞാനൊന്ന് അതിന്റെ ആ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ഒന്നുകൂടെ അത് ആ ഇംഗ്ലീഷ് ഗ്രൂപ്പിലായിരുന്നോ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാം the subject subjects are homogeneous group then second the experimental subjects are the controlled conditions then third one experiment group is taken and subjected and manipulated an independent variable that means uh, we are we are giving the interventions for these groups then we are checking the cause and effect relationship And after that, we're treating the causes. What are the causes? Then it is replicable. We can, the same interventions, we can use another 10 also. അളക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഇവരിൽ വന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് അളർന്നു മാറ്റാം അളന്ന് നോക്കാൻ പറ്റുന്നതാണ് ഈ സെയിം സൈഡിൽ തന്നെ നമുക്കുണ്ട് ഫീൽഡ് എക്സ്പെരിമെന്റ് ഉണ്ട് expose factor research then next one is experimental research Then third one is experiment field experiment. ഇവിടെ the subjects may vary in a number of characteristics. അവരുടെ സ്വഭാവത്തിൽ നേരത്തെ നമ്മൾ എടുത്തത് ഹോമോജീനിയസ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെ നമ്മൾക്ക് വരുന്നത് വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ളവരാണ് അഡോളസൻസ് ഗ്രൂപ്പിനെ ആയിരുന്നു നമ്മൾ എടുത്തത് പക്ഷെ ഇവിടെ എന്ത് പറ്റി ഇവിടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യസ്തമായി അതായത് സോഷ്യോ എക്കണോമിക് കൾച്ചറിലുള്ള ഡിഫറൻസ് ഉള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പോയി എടുക്കുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് റിസർച്ചിന് നമ്മൾ പോകുന്നത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കും അതേ സമയത്ത് ഇവിടെ നമ്മളൊരു സ്കൂളിലേക്ക് പോവുകയാണ് അവിടെ ഒരുപാട് രണ്ടും തമ്മിലുള്ള കോംപ്ലിക്കേഷൻ എടുത്ത് ചിന്തിക്കേണ്ട നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ ഒരേപോലെയുള്ളതെന്ന് മനസ്സിൽ കരുതിയാൽ മതി മറ്റൊരു വെറൈറ്റിയാണ് വെറൈറ്റി എന്ന് പറയുമ്പോൾ ഫീൽഡ് എക്സ്പെരിമെന്റിൽ പോയിട്ട് പോയി കഴിയുമ്പോൾ സ്കൂള് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്കൂളാണ് സ്കൂളിൽ കുട്ടികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഗവൺമെന്റ് സ്കൂളിൽ പോവുക ഈ കുട്ടികളെ നമ്മൾ കുറെ കുട്ടികളെ എടുത്തെ ഇവരെ നമ്മൾ കൺട്രോൾ ഒന്നും ചെയ്യുന്നില്ല നാച്ചുറൽ സെറ്റിങ്സിൽ മാറ്റാൻ പോകുന്നു മറ്റത് നമ്മളൊരു പ്രത്യേക സ്ഥലത്തിട്ട് അവരെ എക്സ്പെരിമെന്റ് ചെയ്ത് അവരെ മാറ്റി എടുക്കുമെന്നതാണ് ഇവരെ നാച്ചുറൽ സെറ്റിങ്സിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഇപ്പൊ ക്ലാസ് സ്കൂളിൽ പോയി രണ്ട് ക്ലാസ്സിന് എടുത്തു ഈ രണ്ട് ക്ലാസ്സും ടീച്ചേഴ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇത് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് നമ്മളുടെ കയ്യിൽ തരികയാണ് ഈ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്തു എയും ബിയും ആണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം സ്കൂളുകളിലെ ഡിവിഷൻസ് ഉണ്ടാവും ഒരുപാട് ഡിവിഷൻസ് ഉണ്ടാവും അത് എയും ബിയും ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ടീച്ചേഴ്സിനെ അവര് ആബ്സെന്റ് ആവുന്നുണ്ട് ഒരുപാട് ആൾക്കാര് അതേപോലെ ആബ്സെന്റ് ആകുക എന്ന് പറഞ്ഞാൽ ആബ്സെന്റ് ആയിട്ട് ഒരു വേറെ പല കാര്യങ്ങൾക്കായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ക്ലാസ് നമ്മുടെ കയ്യിൽ കിട്ടി എന്നിട്ട് ഇവര് പറഞ്ഞു നിങ്ങൾ ഇവരെ മാറ്റിത്തരണമെന്ന് നമ്മൾ ചെന്നു നമ്മൾ ചെന്നിട്ട് നോക്കുകയാണ് ഇത് അതിനകത്ത് എല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും ബാക്കി എല്ലാം വെറൈറ്റീസ് ആണ് അപ്പൊ എന്താ സംഭവിക്കുക നമ്മൾ ആദ്യം ഒരു ക്ലാസ്സിനെ തന്നു അത് നമ്മൾ നമ്മുടെ എക്സ്പെരിമെന്റ് ആയിട്ട് എടുത്തു നമ്മളവരെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്തൊന്നും നിർത്തുന്നില്ല എക്സ്പെരിമെന്റ് ആയിട്ട് എടുത്തു നമ്മൾ ദിവസവും റൂം അവിടെ കയറും ഒരു ഒരു മണിക്കൂർ നേരത്തോളം അവരോട് സംസാരിക്കും എല്ലാവരും പേഴ്സണലായിട്ടും കാണുന്നുണ്ട് ഗ്രൂപ്പായിട്ടും കാണുന്നുണ്ട് നാച്ചുറൽ സിറ്റുവേഷൻ അവരെ നമ്മൾ ഒരിടത്തും കൊണ്ടുപോകുന്നില്ല ക്ലാസ്സിൽ ചെന്നിട്ട് നമ്മൾ അവർക്ക് ഇന്റർവെൻഷൻസ് കൊടുക്കുന്നുണ്ട് ഒരു ആറ് മാസത്തെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം ഇവരുടെ എല്ലാം ബിഹേവിയർ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ എന്ത് നമ്മൾ പ്രൂവ് ചെയ്തു യെസ് എ ബാച്ചിലെ കുട്ടികളെ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റും സെയിം മെത്തേഡ് എവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും ബിയിലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റും നാച്ചുറൽ സെറ്റിങ്സിൽ തന്നെ ഫീൽഡ് എക്സ്പെരിമെന്റിലെ നാച്ചുറൽ സെറ്റിങ്സിൽ തന്നെ നമ്മൾ പോയിട്ട് മാറ്റിയാണ് ലൈഫ് അതുപോലെ തന്നെ ലൈഫ് സിറ്റുവേഷൻസിനെയൊക്കെ ചില സമയത്ത് അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല എന്നാലും നമുക്ക് ആ ഒരു ഫീൽഡിൽ ഇറങ്ങി നമ്മൾ പ്രവർത്തിക്കുകയാണ് ഇത് ചിലപ്പം ബോത്ത് ക്വാളിറ്റേറ്റീവ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട് ക്വാളിറ്റേറ്റീവില് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പ്രൊജക്റ്റീവ് ടെക്നിക്സ് എല്ലാം ക്വാളിറ്റേറ്റീവിലാണ് വരുന്നതെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പ്രൊജക്റ്റീവ് ടെക്നിക്സ് ജസ്റ്റ് ഒന്ന് നോക്കണം പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആരുടെയാണെങ്കിലും ഇതിനകത്ത് എക്സാമ്പിൾ പറയുമ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ ഇന്നർ ഫീലിങ്സ് എന്താണ് എന്ന് നമ്മൾ നോക്കുന്നു ഇന്നർ ഫീലിങ്സ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എടുക്കാം പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും ക്രോഷസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് വേണമെങ്കിൽ എടുക്കാൻ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഇതെല്ലാം പഠിക്കാൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രൊജക്റ്റീവ് ടെക്നീക്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇവരുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് ക്വാളിറ്റേറ്റീവുമാണ് ക്വാണ്ടിറ്റേറ്റീവുമാണ് ക്വാളിറ്റേറ്റീവുമാണ് ക്വാണ്ടിറ്റേറ്റീവുമാണ് അവരുടെ ബിഹേവിയറിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് ഫീൽഡ് എക്സ്പെരിമെന്റും റെപ്ലിക്കബിൾ ആയിട്ട് നമുക്ക് ചെയ്യാനും അതിനെ വീണ്ടും മോഡിഫൈ ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് അതേസമയത്ത് എക്സ്പെരിമെന്റിൽ റെപ്ലിക്കബിൾ മാത്രമേ വരുന്നുള്ളൂ ഇതിനകത്ത് മോഡിഫൈ ചെയ്യാൻ കൂടി പറ്റുന്നുണ്ട് അപ്പം ഇപ്പൊ പറഞ്ഞത് എക്സ്പെരിമെന്റൽ റിസർച്ചും ഫീൽഡ് റിസർച്ചും ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഇത് രണ്ടും നോക്കണം നിങ്ങൾ ex post factor research ex post factor research ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് എക്സ്പെരിമെന്റൽ റിസർച്ച് വരാറുണ്ട് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ടൈപ്സ് ഉണ്ട് കൊടുത്തിട്ടുണ്ട് അതിൽ first single case experimental design single case ഒരൊറ്റ കേസ് കൊണ്ട് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കേസ് മാത്രം എടുത്തിട്ട് അതിന്റെ റൂട്ട് കോസ് പോയി കണ്ടെത്തി അതിനെ മാറ്റി തിരിച്ചു വേണ്ടിയിട്ടുള്ളത് ഫസ്റ്റ് വൺ മെട്രോളജി വലിയ എളുപ്പമൊന്നുമല്ല കേട്ടോ ദെൻ സെക്കൻഡ് എക്സ്പെരിമെന്റൽ ഡിസൈൻസ് നമ്മൾ ചെയ്യും എക്സ്പെരിമെന്റൽ ഡിസൈൻസിൽ എങ്ങനെ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് റിസർച്ചറാണ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് സബ്ജക്റ്റിനെ നമ്മൾ വേറെ വേറെ വേറെ തിരിക്കുകയാണ് കുറെ ആൾക്കാർ ഞാൻ പറഞ്ഞു ഒരേ ഗ്രൂപ്പിൽപ്പെട്ട അൻപത് പേരെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവരിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇവരെ വീണ്ടും ഡിവൈഡ് ചെയ്തു അഞ്ച് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്ത് പത്ത് ഗ്രൂപ്പാക്കി എന്നിട്ട് ഈ പത്ത് ഗ്രൂപ്പിനും അവർക്ക് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു അതായത് റിസർച്ചറാണ് തീരുമാനിക്കുന്നത് മിക്സഡ് ഡിസൈൻ വേണോ അത് സിംഗിൾ ആയിട്ടുള്ളത് വേണോ പ്രീ ടെസ്റ്റ് വേണോ പോസ്റ്റ് ടെസ്റ്റ് വേണോ ഇതൊക്കെ തീരുമാനിക്കുന്ന റിസർച്ചറാണ് പ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നതിന് മുമ്പ് ഇവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അവസാനം നമ്മൾ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ എടുത്തിട്ടുള്ളത് ബിഹേവിയറലിലെ മുപ്പത് വർഷങ്ങളോളം എടുത്തിട്ടായിരിക്കാം നമ്മൾ മാറ്റങ്ങൾ വരുന്നത് അപ്പൊ പോസ്റ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ ഇവരിൽ എത്രമാത്രം മാറ്റങ്ങൾ വന്നു എന്ന് ഹ്യൂമൻ ബിഹേവിയറും മൈൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് വേണമെങ്കിൽ അത് ഫോർ ഗ്രൂപ്പായിട്ട് വേണമെങ്കിലും തിരിക്കാം രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാം നാല് ഗ്രൂപ്പായിട്ട് തിരിക്കാം വേണമെങ്കിൽ ഫാക്ടോറിയൽ ഡിസൈൻ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഓരോരുത്തരെയും നമ്മൾ എക്സ്പെരിമെന്റ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതിനകത്ത് നമ്മൾ എല്ലാ ടെസ്റ്റുകളും നടത്തി നോക്കുന്നുണ്ട് ഇവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നുണ്ടാവും പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നുണ്ടാവും ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ടാവും ക്രിയേറ്റിവിറ്റി നടത്തുന്നുണ്ടാവും ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇവരെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നമ്മൾ ഇവർക്ക് വേണ്ട ഇന്റർവെൻഷൻസ് കൊടുക്കുന്നത് ഇത് കൊടുത്തിട്ട് വേണം ഇവരെ മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് The next ആരെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എല്ലാരും യൂണിവേഴ്സിറ്റി അല്ലേ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതോ നിങ്ങൾ തന്നെയാണോ പറയാൻ പറ്റും അല്ലെ ആ ഓക്കെ ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ ഉണ്ടോ ഉണ്ടോ ആ ഓക്കെ ഓക്കെ എനിക്ക് കേസ് സ്റ്റഡിയേ സാധാരണ ബി എഡിനൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണേ കേസ് സ്റ്റഡി സാധാരണ ബി എഡിന് പോകുമ്പോൾ കുട്ടികളോട് പറഞ്ഞു വിടും ബി എഡിന് പഠിക്കുന്ന കുട്ടികളെ സ്കൂളിലേക്ക് പ്രാക്ടീസിന് വിടുമ്പോൾ പറഞ്ഞു വിടാറുണ്ട് നിങ്ങൾ പോയിട്ട് ഒരു കേസ് കണ്ടെത്തണം അപ്പൊ ഇവര് പോയി കേസ് ഒക്കെ കണ്ടെത്തും ക്ലാസ്സിൽ ചെല്ലുമ്പോഴേ കയറി ചെല്ലുമ്പോഴേ ഏതെങ്കിലും ഒരു വികൃതി ഉണ്ടാവും ക്ലാസ്സില് വികൃതി മീൻസ് ചിലപ്പോ അത് അവർക്കൊരു മുൻഗണന കിട്ടാനോ അവരെ ഒന്ന് ഒരു റെഫറിന് വേണ്ടിയിട്ടുള്ളവരെ നമ്മൾ ഏത് ക്ലാസ്സിൽ ചെന്നാലും അങ്ങനെ ഉണ്ടാവും ഒരു പരിഗണന കിട്ടാൻ വേണ്ടിയിട്ടുള്ളവർ അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെടുക്കും നമ്മളിവിടെ കേസ് സ്റ്റഡി എടുക്കാൻ പോണത് എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ കണ്ടെത്തുക ഇനി നിങ്ങൾ കണ്ടെത്താനൊന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരും അപ്പൊ ഒരു കേസ് സ്റ്റഡി നമ്മുടെ കയ്യിൽ എത്തുകയാണ് അത് ഒന്നാവാം കേസ് സ്റ്റഡിയിൽ പറയുന്നുണ്ട് അത് ഒന്നാവാം അതിൽ കേസസ് ആവാം കുറെ അധികമാകാം ക്വാണ്ടിറ്റേറ്റീവ് ആവാം ക്വാളിറ്റേറ്റീവ് ആവാം ഇപ്പൊ ക്വാണ്ടിറ്റിയും ഒക്കെ അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു ക്വാളിറ്റി ആവുമ്പോൾ ബിഹേവിയറിലാണ് ക്വാണ്ടിറ്റി ആവുമ്പോൾ അതിന്റെ അളവ് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ നോക്കുന്നതാണ് കേട്ടോ അപ്പൊ ചിലപ്പോൾ അത് ഒരു കേസ് ആവാം കുറെ കേസുകളാവാം ഈ കേസുകളെ നമ്മൾ എടുത്തിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തുന്നുണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു പോകാം ഇതിനെല്ലാം കൂടി അതിനകത്ത് വരുവേ നമ്മുടെ അടുത്ത് ഒരു കേസ് വരികയാണ് ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അവരെ കയറി വരുമ്പോൾ നമ്മളവരെ നോക്കും ഒബ്സർവ് ചെയ്യും അവരെങ്ങനെയാണ് വരുന്നത് നിങ്ങൾ ഇരിക്കുന്ന ടീച്ചേഴ്സിനെ അളക്കുകയോ ഇവർ ഇത്രയാണ് ഇങ്ങനെയാണ് എന്ന് അളക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് വരുന്ന ആ ഒരു വ്യക്തിയെ നടന്ന് വരുമ്പോൾ അവരുടെ ആ നടക്കുന്ന സ്റ്റൈല് നോക്കുന്ന സ്റ്റൈൽ എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് കയറി വരുമ്പോഴേ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും ഒരു കാൽക്കുലേഷൻ ഉണ്ട് ഒരാളെ നോക്കുമ്പോൾ അവർ ഏത് രീതിയിലാണ് അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തു ഒബ്സർവ് ചെയ്ത് നമ്മൾ ഈ എക്സ് ഈ എക്സാമ്പിൾ പറയാതെ ഒരു ദിവസം ഒരു കുട്ടിയെ കൊണ്ടുവന്നു ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെ ഇവരിങ്ങനെ വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ കൗൺസിലിംഗ് ഉണ്ട് അത്യാവശ്യം എടുക്കാറുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അപ്പൊ എടുക്കുമ്പം ഈ കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുവരുവാണ് കൊണ്ടുവന്നത് ഇവര് സാധാരണ നമ്മൾ ഞാൻ ഇങ്ങനെ ജനലിൽ കൂടെ നോക്കും വരുന്ന ആളെ ആ ഒരു അസസ്മെന്റ് ആണ് ആരാണ് വന്നിരിക്കുന്നത് പേഷ്യന്റ് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാം ഓക്കെ അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വരുന്നു ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞാൻ പെട്ടെന്ന് മോനോട് പറഞ്ഞു മോനെ ഒന്ന് ചേർത്തിട്ടെ അമ്മ ഡ്രസ് മാറുമ്പോഴത്തേക്കും നല്ല കുട്ടിയാണ് കേട്ടോ നാല് പ്രാവശ്യം പറഞ്ഞിട്ടും ചേർത്തില്ല അവര് എത്തുകയും ചെയ്തു വന്ന് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ അടിച്ച് മിന്നിച്ച് ഇങ്ങനെ കയറി വന്ന് സാധാരണ ഒരാളെ വന്നാൽ ഗേറ്റിന് നിന്നിട്ട് ഇങ്ങനെ കയറി വരും പറ്റുന്ന നടത്തി കയറി ഇതങ്ങനെ ഇന്നലെ ഇന്ന് വരെ വന്നു എന്നിട്ട് ഇവർ ഇറങ്ങി ഇത്രയും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് അപ്പോഴാണ് മക്കസ്തരിടാൻ പോകുന്നതും വാതിൽ തുറക്കുന്നതും ഒക്കെ അപ്പൊ ഞാൻ പോയ പോലെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു അമ്മേ എന്റെ കാട്ടും ഞാൻ മോനോട് പറഞ്ഞു മോൻ പൊക്കോ ഞാനിത് കേസ് സ്റ്റഡിയാണേ പറയണതേ കഥയല്ലേ മോൻ പുറത്ത് പോയിക്കോളാൻ പറഞ്ഞു അവനെ വിട്ടു ദെൻ ഞാൻ നോക്കി ഈ കൊച്ചിന്റെ കൂടെ അമ്മയുണ്ട് അമ്മാവനുണ്ട് ദെൻ ഈ കുട്ടിയുണ്ട് പന്ത്രണ്ടാം ക്ലാസ് ആയിട്ട് ഓക്കെ സോറി വരാൻ പറഞ്ഞു കയറി വരാൻ പറഞ്ഞപ്പം വണ്ടി നിർത്തിയിട്ട് ഈ കൊച്ചിനെ കയ്യെ പിടിച്ച് കയറ്റുകയാണ് എനിക്ക് ആദ്യം കണ്ടത് നല്ല ദേഷ്യമാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പൊ അമ്മയുടെ മറുപടി അവൾ ഇന്ന് രാവിലെ പറഞ്ഞു അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് കളഞ്ഞുകൂടെ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ കൊണ്ടുവന്നേന്ന് പറഞ്ഞു ഓക്കെ വന്നിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രോബ്ലം എന്ന് പറയണമല്ലോ പ്രശ്നം നടക്കാൻ മേലാത്തെന്ന് അറിയണല്ലോ പന്ത്രണ്ടാം ക്ലാസ്സുകാരി മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് നടക്കാൻ പറ്റുന്നത് എനിക്ക് ഏകദേശം ഒരു ഇത് മനസ്സിലായി സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ആണ് എന്നുള്ളത് മാത്രം മനസ്സിലായി അതായത് എഫക്റ്റ് മനസ്സിലായി കോസ് മനസ്സിലായില്ല റെസ്പോൺസ് മനസ്സിലായി സ്റ്റിമുലസ് മനസ്സിലായില്ല അതാണ് എന്റെ കണ്ടീഷൻ അപ്പൊ ഞാനിത് ഇനി ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്നിട്ട് ഇരുന്ന് കഴിഞ്ഞു അമ്മാവൻ പോയി അമ്മ കൂടെ ഇരുന്നു അമ്മ പറഞ്ഞു ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് വീട്ടില് എന്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ അച്ഛനും അമ്മയും ഇപ്പൊ വന്ന ഈ അമ്മാവൻ ഈ അമ്മാവന്റെ ഭാര്യയും രണ്ടു മക്കളും അമ്മാവനുണ്ട് ഇനി എന്റെ ഇവളാണ് മൂത്ത കുട്ടി ഇതിന്റെ അനിയത്തിൻ കുട്ടിയുണ്ട് പിന്നെ ഇത്രയും പേര് ആ വീട്ടിൽ വളരെ സന്തോഷത്തോടെ വരുന്നു കൊച്ചിന് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിച്ചു അപ്പൊ അവളൊരു ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൾക്ക് തലകറക്കമായിരുന്നു ഛർദിയായിരുന്നു ഛർദി അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് നിർത്തി ഓക്കെ ഞാൻ സമ്മതിച്ചു അത് കഴിഞ്ഞ് പിന്നെ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസമായി എന്നാ അപ്പൊ അപ്പോൾ ബാക്കി മരുന്നുകളൊക്കെ വാങ്ങി പനിക്ക് വാങ്ങി ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കോട്ടയ്ക്ക് നിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാലിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് അവൾ നടക്കുന്നില്ല ഈ കൊച്ചിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നാല് പ്രാവശ്യം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല കുട്ടി എന്താ പറഞ്ഞെന്നുള്ളത് നാവ് കുഴങ്ങി പോവാണ് അതുപോലെ തന്നെ കൊച്ചിനെ എഴുതാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഇതാണ് ഈ കുട്ടിയുടെ കുറെ നേരം ഇരുന്ന് ഏതെല്ലാം രീതിയിൽ ഈ കൊച്ചിനോട് ചോദിക്കാമോ ഒന്നും പറയുന്നില്ല അപ്പൊ ഈ കൊച്ചിനോട് ഒരു മറുപടി പറഞ്ഞു ട്വൽത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇലവൻത്തിലെ റിസൾട്ട് വളരെ മോശമായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇങ്ങനെ കോളേജിൽ വിടാനുള്ളത് പറ്റിയില്ലാന്ന് പറഞ്ഞു ഞാൻ ഈ കൊച്ചു പറഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു കാരണം ഇലവൻത്തിലെ റിസൾട്ട് വന്നിട്ട് രണ്ടാഴ്ച ആയിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം എനിക്ക് കൂടി ഒരാളുണ്ടല്ലോ അപ്പൊ അതല്ല റീസൺ അപ്പൊ ഞാൻ പറഞ്ഞു മോൾക്ക് അഡ്മിഷന്റെ കാര്യമല്ലേ അത് ഞാൻ ശരിയാക്കി തരാം ഞാൻ മേഴ്സി കോളേജിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പാലക്കാട് മേഴ്സി കോളേജിൽ ഞങ്ങൾക്ക് ഉണ്ട് കോട്ട ഉണ്ടല്ലോ അപ്പൊ മാനേജ്മെന്റ് സ്റ്റേറ്റിൽ തരാം അപ്പൊ കുട്ടി നന്നായിട്ട് ചിരിച്ചു അപ്പോഴും അവർക്ക് യാതൊരു മാറ്റങ്ങളും ഇല്ല എന്നിട്ട് ഞാൻ ഈ അമ്മയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പോയി കുറച്ച് മെഡിസിൻ വാങ്ങിക്കൊണ്ട് പോരെ എന്ന് പറഞ്ഞു ഇരുപത് കാര്യമായ മെഡിസിനെ പറയുള്ളൂ കേട്ടോ കാരണം ഞങ്ങൾ സൈക്കോളജിസ്റ്റ് ആ മെഡിസിൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു പോയിച്ച് വരാൻ പറഞ്ഞു ഇവരെ വിട്ടു ഇവരെ വിട്ടിട്ട് ഡെക്സ് ഓറഞ്ച് വാങ്ങാൻ പറഞ്ഞു ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്ന ഈ കുട്ടിക്ക് ബ്രെയിനിലേക്കുള്ള തന്നെ നാട്ടിൻ പുറത്തുള്ളവരാണ് ബ്ലഡ് സർക്കുലേഷൻ കുറവാണ് അതുകൊണ്ടാണ് അല്ലാതെ വേറെ കൊച്ചിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊച്ചിന് കുഴപ്പമുണ്ടെന്നുള്ളത് എനിക്കറിയാം എന്നിട്ട് ഞാൻ ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങി കേസ് സ്റ്റഡി ആണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തോണേ ഈ കൊച്ചിനെയും പിടിച്ച് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങുന്നത് സോഷ്യൽ കോഗ്നേറ്റീവ് തെറാപ്പിയാണ് ദെൻ റിലാക്സേഷനും ആണ് ഈ കുട്ടിയുടെ കയ്യെ പിടിച്ചോണ്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത് കയ്യിൽ നിന്ന് വിട്ടുപോയ കുട്ടി വീഴും ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ എന്റെ ശ്രദ്ധ മുഴുവൻ ഈ കുട്ടിയുടെ കാലിലും അവളുടെ ശ്രദ്ധ മുഴുവൻ ഞാൻ പറയുന്ന കാര്യത്തിലുമാണ് ഞാൻ ഇത്ര ഒരു ഇമോഷണൽ ടോർച്ചറിങ് ആയിരുന്നു ഞാൻ കുട്ടിയെ ചെയ്തത് നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ ഒരു വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞൊരു കൊച്ചു നിൽപ്പുണ്ട് അവളെ ഗേറ്റ് അടിച്ചോണ്ടിരിക്കും അപ്പൊ എന്നോട് സുമോസ് ടീച്ചർ അങ്ങോട്ടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നടക്കാൻ ഇറങ്ങിയതാ മോളെ എന്ന് പറഞ്ഞു ആരുടെ കൂടെ മോന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ എന്നിട്ട് ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നോക്ക് ഇത് വിഷ്ണുപ്രിയ ഇവള് ട്വൽത്ത് ഫെയിൽ ആയിട്ട് നിൽക്കുകയാണ് ബ്യൂട്ടി പാർലറില് അതിന് വേണ്ടിട്ട് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ വേണ്ടിട്ട് അവള് റിക്വസ്റ്റ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട് അവളുടെ പേരൻസിനോട് പറയണം ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഞാൻ വിഷ്ണുപ്രിയ ആരാണെന്ന് ഇവളെ പരിചയപ്പെടുത്തി കൊടുത്തു നടക്കുകയാണ് കേട്ടോ ഇവള് ഞാൻ പറയുന്നത് കേട്ടിട്ട് നടക്കുകയാണ് ഈ ക്വസ്റ്റിന് എത്ര മാത്രം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വിഷ്ണുപ്രിയ നോക്ക് അവള് അവളുടെ അമ്മയുടെ കൂടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് അന്ന് അവളുടെ കയ്യില് അവൾക്ക് നാല് വയസ്സ് അവളുടെ അനിയത്തി കുട്ടിക്ക് ആറു മാസം കൊച്ചിന് പാല് കൊടുത്തുകൊണ്ട് അവൾ ട്രെയിനിലിരുന്നു അമ്മ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയി പിന്നെ അമ്മ തിരിച്ചു കയറിയിട്ടില്ല ഇവരെ കൊണ്ടുവന്ന് ഇവര് വന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ട്രെയിന് പാലക്കാട് വന്ന് നിന്നു മലമ്പുഴ ആനന്ദ് ഭവനിലേക്ക് രണ്ട് പിള്ളേരെ കൊണ്ടുപോയി നിർത്തി എന്നിട്ട് അവിടുന്ന് ഇവർ അഡോപ്റ്റ് ചെയ്തതാണ് ഈ കുട്ടിയെ അപ്പൊ ഇവിടെ ഇത് വളരെ ക്യൂരിയോസിറ്റിയോടുകൂടിയാണ് കേൾക്കുന്നത് ഞാൻ അവളോട് പറയുമ്പോൾ അതിന്റെ ഒരു ഇമോഷണൽ ടച്ച് ഉണ്ട് ആ രീതിയിൽ പറഞ്ഞു അപ്പൊ ഇവിടെ എന്നോട് ചോദിച്ചു അനിയത്തി കുട്ടി ഞാൻ പറഞ്ഞു അനിയത്തി കുട്ടി അവൾക്ക് അറിയില്ല അത് വേറെ ഫാമിലിക്ക് കൊടുത്തു ഇങ്ങനെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നോട്ട് നടന്നു ഉള്ള വീട്ടിലെ കഥകളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു തിരിച്ചും അത് പറയാം രണ്ട് സൈഡിലും വീടുകളുണ്ടല്ലോ അത് തിരിച്ചും അത് മല വന്നു തിരിച്ചു ഞാൻ മോളെ ഇത്രയും ഒക്കെ വലുതാണോ കുട്ടിയുടെ പ്രോബ്ലം എനിക്ക് ഒരു ആശ്വാസമായി ഇല്ലല്ലോ പ്രോബ്ലം എന്ന് എന്നിട്ട് ഇവര് ഈ അമ്മയും മോളെ തിരിച്ചു പ്രോബ്ലം ഒന്നും സോൾവ് ആയിട്ടില്ല കേട്ടോ അവളുടെ പ്രോബ്ലം അത്രയും വലുതല്ല എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ തിരിച്ചു വന്നു പിറ്റേ ദിവസം ഒരു ഒറ്റ സമയത്ത് അമ്മാവൻ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി ഞാനൊരു സമയം പറഞ്ഞിട്ടുണ്ട് സമയത്ത് വന്നു തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു രണ്ടു മണിക്കൂറോളാണ് ഞാൻ എൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ടൈം പറഞ്ഞത് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് എന്തെല്ലാം ചോദിക്കാമോ ഇവൾക്ക് ഇവിടെ അച്ഛന്റെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല സ്കൂളിൽ അപ്പത്തേക്കും സ്കൂളിൽ അന്വേഷിച്ചിരുന്ന കുട്ടി എങ്ങനെയാണ് സ്കൂൾ അന്വേഷിക്കാൻ എനിക്കുണ്ടല്ലോ ഒരു കുഞ്ഞ് നാട്ടു വിശേഷങ്ങൾ കൃത്യമായിട്ട് അറിയാമായിരുന്നു സ്കൂളിൽ പോയില്ലെങ്കിലും ആ അപ്പം പിന്നെ സ്കൂളിലെ വിശേഷം അമ്മ അതൊരു സൈലന്റ് കുട്ടിയാണ് ആരോടും ഒരു നല്ല കുട്ടിയാണ് എന്ന അഭിപ്രായം അത് ഇവിടെ ഒന്നുമല്ല പ്രോബ്ലം കിടക്കുന്നുണ്ട് വീണ്ടും ഇവിടെ ഒരു രണ്ടരയാകുമ്പോൾ വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് കാലായിട്ട് വിശ്വസിക്കുന്നത് ഞാൻ ഞാനൊരു ദൈവവിശ്വാസിയും കൂടിയാണ് ഞാൻ എന്നിട്ട് അപ്പൊ ദൈവത്തെ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി ഈ കാഴ്ച തന്നെ എന്തെങ്കിലും ഒരു ക്ലൂ എനിക്ക് കിട്ടാറുണ്ട് അന്വേഷിച്ചു അപ്പൊ ഈ കുട്ടി ഈ കൊച്ചിനോട് ചോദിച്ചു ഈ കൊച്ചിനോട് പറയാണേ എനിക്ക് രാത്രിയെ പേടിയാണ് മോളെ രാത്രിയെ പേടിയോ നമുക്കൊക്കെ പേടിയുണ്ട് കുറേശ്ശെ അപ്പൊ പോലെ ചേമ്പിര് അനങ്ങുന്നതാണോ വയല അനങ്ങുന്നതാണോ ഇനി അതോ പ്രേതത്തെയാണോ എന്തിനെ കുറിച്ച് പേടിയുന്നു എന്നോട് പറഞ്ഞു ഞാൻ ഒരു ദിവസം രാത്രിയില് പഠിത്തമൊക്കെ കഴിഞ്ഞേച്ച് കിടന്നുറങ്ങാൻ ഉറങ്ങാൻ ചെല്ലുമ്പോൾ അനിയത്തിയിലൂടെയാണ് കിടക്കുന്നത് കിടന്നു കഴിഞ്ഞപ്പം എന്റെ ഇളയ അമ്മാവൻ വന്ന് എന്നെ കയറി അസോൾട്ട് ജസ്റ്റ് കയറി പിടിച്ചുള്ളൂ കാറി ബഹളം വെച്ചു അത് കഴിഞ്ഞു സാധാരണഗതിയിൽ നമ്മുടെ അമ്മമാരെന്ത് പറയുന്നത് ദേവ പിറ്റേ രാവിലെ എഴുന്നേറ്റ് അയാൾ പോയി കേട്ടോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല പോയി നേരം വെളുത്തു ചെന്നു മൂത്ത അമ്മായിയോടും ദെൻ സ്വന്തം അമ്മയോടും പറഞ്ഞു നിനക്കറിയാം അവരെന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അവര് പറഞ്ഞ മറുപടി ഇതായിരുന്നു മോളെ ഇത് ആരോടും പറയരുത് കഴിഞ്ഞത് കഴിഞ്ഞു എന്നിട്ട് ഇനി കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആരോടും പറയുന്നു കുട്ടി ആരോടും പറഞ്ഞു പക്ഷെ ശരീരം ഞാൻ ആദ്യം കണ്ടത് സൈക്കോ എന്താന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നിങ്ങൾ കേട്ടാവോ സൈക്കോ സൊമാറ്റിക് ഡിസോർഡർ ആയിരുന്നു ശരീരം റിയാക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പ്രോബ്ലം ആയി ഈ പ്രോബ്ലം സോൾവ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് അമ്മയൊക്കെ വിളിപ്പിച്ചു പ്രോബ്ലം കാരണം നിങ്ങൾ ചോദിക്കുന്നവരെ കേസ് കൊടുത്തു എന്നൊക്കെ ചോദ്യം കേസ് ഒന്നും കൊടുത്തിട്ടില്ല അത് ഫാമിലി തന്നെ തീർക്കേണ്ടതായിരുന്നു അത് ഫാമിലിയിൽ തന്നെ തീർത്തു ഇതാണിപ്പോ ഒരു കേസ് സ്റ്റഡി ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പൊ ഈ കേസ് സ്റ്റഡിയിൽ ഈ കുട്ടിയുടെ അപ്പൊ നമുക്ക് കേസ് കിട്ടിക്കഴിഞ്ഞു നമ്മുടെ അടുത്തോട്ട് വന്നു കേസ് അപ്പം ആ കേസ് സ്റ്റഡിയെ ഞാൻ എടുത്തു അത് സോൾവ് ചെയ്തു അതിന് തെറാപ്പികൾ കൊടുത്തു കുട്ടി സോൾവ് ആയി പോയി കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് കേസ് എന്താണെന്ന് മനസ്സിലായി കേസ് സ്റ്റഡി എന്താണെന്ന് മനസ്സിലായി അതിനകത്ത് തെറാപ്പികൾ മനസ്സിലായി സോഷ്യൽ കോഗ്നേറ്റീവ് തെറാപ്പി നടത്തി ദെൻ ഇൻഡിവിജ്വൽ തെറാപ്പി നടത്തി ഫാമിലി തെറാപ്പി നടത്തി ഞങ്ങൾക്ക് എത്ര എത്ര ഇന്റർവെൻഷൻസ് കൊടുക്കാൻ പറ്റിയോ അത്രയും ഇന്റർവെൻഷൻസ് അവിടെ നടത്തിയിരുന്നു എല്ലാ ഇന്റർവെൻഷൻസും കൊടുത്തിരുന്നു അങ്ങനെയാണ് ഈ കുട്ടിയെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് ആ ഇളയ അമ്മാവൻ എന്ന ആളെ അവിടെ നിന്ന് മാറ്റി കിട്ടും അവരുടെ എൻവയൺമെന്റ് മാറ്റിയാണ് ഞാൻ ചെയ്തത് പ്രോബ്ലം സോൾവ് ചെയ്ത് എൻവയൺമെന്റ് മാറ്റി കൊടുത്തു ഇനി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് നടക്കുന്നു case study case study case സ്റ്റഡിയിലെ first one illustrative case studies നമ്മുടെ കയ്യിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് എന്ത് പറയാ കീറി മുറിച്ച് മുഴുവനും നമ്മൾ കണ്ടെത്തുകയാണ് ഇല്ലുസ്ട്രേറ്റീവില് ചെയ്യുന്നത് എല്ലാം എവിടം തൊട്ട് തുടങ്ങിയോ അവിടം മുതൽ കേട്ടോ second one is exploratory case studies അതായത് നമ്മൾ ഒരു കേസ് ഇപ്പൊ ഞാൻ ഒറ്റ കേസ് നിങ്ങളോട് പറഞ്ഞുള്ളേ കുറെ കേസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ പൈലറ്റ് ഞാൻ ഒരു സെക്കൻഡ് വാതിലടയ്ക്കട്ടെ അതെ എനിക്ക് സ്വന്തമായിട്ടൊരു കൊച്ചുണ്ടേ അവന് സ്വന്തമായിട്ട് കുറെ കൂട്ടുകാരുമുണ്ട് അവരെല്ലാവരും എത്തിയോ ചേർന്ന് കേട്ടതെടുക്കാം അപ്പോൾ എക്സ്പ്ലോറേറ്ററി ഒരു പൈലറ്റ് സ്റ്റഡി നമ്മൾ നടത്തും കുറെ കുറെ ഉണ്ടെങ്കിൽ കുറെ കേസസ് ഉണ്ടെങ്കിൽ അതിനൊരു പൈലറ്റ് സ്റ്റഡി ആദ്യമേ ഒരു സ്റ്റഡി നടത്തും എന്തുകൊണ്ട് എന്ന് നമുക്കിപ്പോ കേസസ് എവിടെ വേണേലും കിട്ടാം ഒരു സ്ഥലം പർട്ടിക്കുലർ ഏരിയയിൽ കുറെ കേസുകൾ വന്നു അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുകൊണ്ട് ചിലപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ എനിക്ക് ഒരു സ്ഥലവുമായിട്ട് ഒരു ബന്ധവുമില്ല കോട്ടയം സൈഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാമെന്നല്ലോ കയറിയതല്ലേ ഇപ്പം ഓക്കെ ദെൻ കോട്ടയം സൈഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വായു റൗണ്ടിൽ കറങ്ങുന്നത് തോന്നുന്നില്ല ഞാൻ ഒന്നോ രണ്ടോ തവണയെ പോയിട്ടുള്ളൂ എനിക്ക് കോട്ടയംകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല പാലക്കാരിയാണ് എന്നാലും എനിവേ അപ്പൊ അവിടെ വായു റൗണ്ടിൽ കറങ്ങുന്നത് കണ്ടിട്ടുണ്ട് അവരുടെ അവിടെ മിക്കവാറും മെന്റൽ സ്ട്രെസ് കൂടുതൽ ഉണ്ടാവാറുണ്ട് കാരണം ഈ മലകളുടെ അടിവാരങ്ങളിൽ ഇങ്ങനെ താമസിക്കുന്നവരുണ്ടാവും അതിനുള്ളിൽ ഞാൻ കേട്ടിട്ടുണ്ടോ പാലായും കോട്ടയൊക്കെ പറഞ്ഞാൽ പലർക്കും കൊള്ളും അതുകൊണ്ട് ഞാനത് വിട്ടു കക്കയെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അത് ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇങ്ങനെ മലകൾ കൊണ്ട് അപ്പൊ അതിന് അടിവാരത്ത് താമസിക്കുന്നവർക്ക് സ്ട്രെസ് ഉണ്ട് അത് എന്തുകൊണ്ട് എന്ന് എന്റെ കേസ് അതാണെങ്കിൽ ഞാനത് പോയി കണ്ടുപിടിക്കുകയാണ് എന്തുകൊണ്ട് എന്നൊരു പല സ്റ്റഡി അവിടെ പോയി നടത്തുകയാണ് okay then cumulative case studies eh? next one third one cumulative case studies so നമ്മൾ സ്കൂളിലൊക്കെയാണ് ക്യുമുലേറ്റീവ് കേസ് സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നതാവും ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഈ കുട്ടിയുടെ എല്ലാ അടുത്ത ടീച്ചറിനെ കൈമാറുകയാണ് അപ്പം ഒരു കുട്ടി ഒരു പ്രോബ്ലം ഉണ്ടാക്കിയാൽ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് കഴിഞ്ഞ വർഷത്തെ ടീച്ചറിന്റെ ചോദിച്ചു നോക്കും നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയായിരുന്നു എങ്ങനെയായി പത്താം ക്ലാസ്സിൽ ഇങ്ങനെ പ്രോബ്ലം വന്നപ്പോൾ ഒമ്പതിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ നമുക്ക് കേസ് കിട്ടുമ്പോഴും നമ്മൾ പുറകെ പുറകിലേക്ക് പുറകിലേക്ക് പോവാണ് നമ്മൾ എന്താ എക്സാമ്പിൾ പറയാ ഒരു പ്രാവശ്യം ഒരു കൊച്ചിനെ കൊണ്ടുവന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്നതാണ് അപ്പം വന്നിട്ട് പറഞ്ഞത് ഇവൻ ഒരിടത്തിരുന്നാൽ അവിടെ തന്നെ ഇരിക്കും അവന്റെ വടിയിൽ നോക്കിയാണ് അവിടെ തന്നെ ഇരിക്കും ഇങ്ങനെ കൈ കെട്ടി സ്റ്റൂളിൽ ഇങ്ങനെ ഇരുന്നാൽ ആ ഇരിപ്പ് അവിടെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷമം തോന്നും എന്നിട്ട് ഈ കൊച്ചിനോട് ചോദിക്കുമ്പോൾ ഈ കൊച്ചു പറഞ്ഞു എനിക്ക് അറിയില്ല ഞാൻ അറിയാതെയാണ് ചെയ്യുന്നത് എന്നോടൊന്നും പറയുന്നത് അറിയില്ല അപ്പൊ ഞാൻ ഈ അമ്മയോട് ചോദിച്ചു അവൻ അറിയാതെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞോളാം പറഞ്ഞു തുടക്കം മുതലിങ്ങനെ എവിടെയാ കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ അവര് പ്രിഗ്നന്റ് ആയിരുന്നപ്പോഴത്തേക്ക് പറയാം എങ്ങനെയായിരുന്നു പ്രിഗ്നന്റ് ആയിരുന്ന അവസ്ഥയില് എന്ത് സംഭവിച്ചു അപ്പോൾ പറഞ്ഞു മോന്റെ രേഖ പറയത്തില്ല മോനെ ഒമ്പതാം ക്ലാസ്സിലെത്തി ഒമ്പത് അഞ്ച് മുപ്പത്തിനാല് വയസ്സ് മോനെ കേൾക്കാൻ പാടില്ലാത്തതായിട്ടല്ല നിങ്ങൾ മോനെ കേൾക്ക തന്നെ പറ്റണം എന്തൊക്കെയായിരുന്നു പറഞ്ഞു ഹസ്ബൻഡ് എന്നും വഴക്കായിരുന്നു എന്നും വഴക്കായിരുന്നു ദിവസം പോലില്ലാണ്ട് വഴക്കായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ട് ഞാൻ വീട്ടില് ഇങ്ങനെ ഈ പാലക്കാടൻ സ്റ്റൈലുള്ള വീടാണ് നടുമുറ്റൊക്കെ ഉള്ള വീടാണ് ആ വീടിന്റെ അവിടെ ഒരു തൂണയിൽ ഞാൻ ഇങ്ങനെ ഉരുകി പിടിച്ച് അതിൽ കെട്ടിപ്പിടിച്ചിരിക്കും എന്തിനാണ് ഇദ്ദേഹം വന്ന് ചീത്ത പറയുമ്പോ എനിക്ക് പേടിയാണ് എൻ്റെ ബ്രദർ പോയിട്ട് എന്ത് പറയും മറുപടിയൊക്കെ പറയും ഞാൻ ഈ പേടി എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടി അഡോളസൻ്റായിട്ട് വന്നിട്ട് ഈ കുട്ടി ഇതേ സ്റ്റേജിൽ നിൽക്കുന്നത് ഇപ്പോഴും അതിൽ നിന്ന് മാറിയിട്ടില്ല അപ്പം ആ ഒരു പിന്നെ വേറെ കുറെ ഇൻസിഡൻസ് അവർ പറഞ്ഞു പക്ഷെ അമ്മ ആ ഒരു ഇരിപ്പിരുന്നത് ഇന്നും കൊച്ചിരിക്കുകയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ മെഡിസിൻ എടുക്കേണ്ടതായിട്ട് വന്നു ഡോക്ടറിനെ റെഫർ ചെയ്ത് വിടുവാണ് ചെയ്തത് കൗൺസിലിംഗ് കാരണം കുട്ടി അറിയണം എന്തുകൊണ്ടാണ് കുട്ടി ഇത് ചെയ്തതെന്ന് അറിയണമെന്ന് അതുകൊണ്ടാണ് അമ്മയെ മുമ്പിൽ തിരുത്തി പഠി പറഞ്ഞത് കേട്ടോ cumulative then critical instance case studies critical instance case സ്റ്റഡീസില് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുകയാണ് യൂണിവേഴ്സൽ ഇവര് യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങളെ ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കോസ് എഫക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു നെഗറ്റീവ് സം കാണിക്കുന്ന കുട്ടികളുണ്ട് ഡിഫൻസ് മെക്കാനിസം ഒന്ന് നോക്കിക്കോളൂ ഞാൻ അതിനായിരുന്നു നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡിഫൻസ് മെക്കാനിസം ഇട്ടത് ഒന്ന് നോക്കുക അപ്പൊ അതേപോലെയുള്ള കുട്ടികളുണ്ട് നെഗറ്റീവ്സും മനസ്സിലാവുന്ന നെഗറ്റീവ്സും ഒരു പ്രാവശ്യം കുട്ടിനെ കൊണ്ടുവന്നേ എക്സാമ്പിൾ പറയുന്നത് ഇത് മറക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഒരു കുട്ടിയെ കൊണ്ടുവന്നു അപ്പം ആ പെൺകുട്ടിയാണ് വീട്ടിലെ ഒമ്പത് പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ് കൗൺസിലറെ കണ്ട് ലെറ്റർ കൊണ്ടുവന്നാൽ മാത്രമേ സ്കൂളിൽ കയറ്റി അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവള് ഒരു ഓഗസ്റ്റ് സ്റ്റുഡന്റ് വരുന്നത് അല്ലെ കഴിഞ്ഞതോ ആ എനിവേ ഫ്രണ്ട്സിന് ഇവള് വീട്ടിൽ നിന്ന് പോയി യൂണിഫോം ഇട്ട് പോയി ഡ്രസ് കയ്യിൽ കരുതിപ്പോയി എന്നിട്ട് ഇവിടെ വൈകുന്നേരമാണ് തിരിച്ചു വരുന്നത് വീട്ടുകാരാകെ പേടിച്ചു അത് പോലീസ് അറിയിച്ചു ബന്ധു വീട്ടുകാരൊക്കെ അറിഞ്ഞു വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദെൻ ഈ കൊച്ചിനോട് ചോദിച്ചു നെഗറ്റീവ്സ് ആണ് ഇവിടെ പറഞ്ഞൊരു പറഞ്ഞു ഞാൻ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മോളെ നിനക്കൊന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ട് വൈകുന്നേരം നീ കയറി വന്നു എന്നുള്ളത് എടുത്ത വഴിയിൽ തിരിച്ചു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അമ്മ പോകുമ്പം അമ്മ പറഞ്ഞിട്ടാണോ പോവാറ് അമ്മ ഒരിടത്ത് ചെന്നിട്ട് വിളിച്ചു അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടല്ലേ പോകുന്നത് എനിക്കൊന്നും പറ്റില്ല അമ്മ പോയപ്പോ പറഞ്ഞിട്ടല്ലോ പോയത് ഞാനും പോയി എന്റെ ഇഷ്ടം അനുസരിച്ച് വളരെ ശരി അതിലെ തെറ്റും ശരിയൊന്നും നോക്കണ്ട ആ നെഗറ്റീവ്സും അതേപോലെ തന്നെ ഈ കൊച്ചിന് ഈ കൊച്ചിന് തന്നെ കാര്യത്തിലായിരുന്നു പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ കുറേ പരാതികളുണ്ട് ഇവളോട് ഒന്ന് നാട്ടിൻപുറമാണെ മിച്ചം അടിക്കാൻ പറഞ്ഞ് അതോടെ കിടന്നാൽ എന്താ കുഴപ്പം ഡ്രസ്സ് കഴുകാൻ പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിയാ പോലെ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവോ ഞങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയല്ല അങ്ങനെയും ആവാം അതെന്റെ കുഴപ്പമല്ല പക്ഷെ ആ രീതിയിൽ ചെയ്യുന്ന എന്തിനും നെഗറ്റീവ് എന്തിനും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പറയും ആ രീതിയിൽ ചെയ്യുന്നു അപ്പൊ നാല് ടൈപ്പിൽ പറഞ്ഞു കേട്ടോ ക്രിട്ടിക്കൽ ആയിട്ടുള്ളത് നെഗറ്റീവ്സും വരുന്നിടത്ത് കേട്ടോ ആ രീതിയിലുള്ളത് ഇനി steps case studies first one determining the present status of the cases of case present status എന്താണെന്ന് നോക്കണം ഇനി ഈ പ്രസന്റ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് ഒരു പ്രാവശ്യം ഞാനൊന്ന് മേഴ്സി കോളേജിലുള്ള സമയത്താണ് പറഞ്ഞത് ഒരു കുട്ടിയെ കൊണ്ടുവന്നു അവളുടെ പ്രസന്റ് സ്റ്റാറ്റസ് അവൾ ഭയങ്കര വയലന്റ് ആണ് വീട്ടില് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടിയാണ് അവസാനത്തെ ഫിഫ്ത്ത് സെമ്മിന്റെ എക്സാം വന്നപ്പോൾ എഴുതിയില്ല അവിടെ മുതലാണ് അവൾക്ക് അസുഖം വരുന്നത് പിന്നീട് അവള് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി അവളെ അമ്മയടിച്ചാൽ അവളെ അമ്മയെ തിരിച്ചെടുക്കും അച്ഛനെ ആയാലും അമ്മയായാലും ഭയങ്കരമായിട്ട് പ്രശ്നമായി എങ്ങനെയാണ് ഈ കുട്ടി അവിടെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുമ്പോൾ ഒരു പെട്ട് മരുന്നുമായിട്ടാണ് ഈ കൊച്ചു വരുന്നത് പക്ഷെ ആരോടോ ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പൊ ആരോ പറഞ്ഞു നീ മേഴ്സിമാമിന്റെ അടുത്ത് പോയാൽ മതി കാരണം കുട്ടികൾക്ക് ഫേവറായിട്ടേ മേഴ്സിമാം ചെയ്യുള്ളൂ പേരൻസിന് ഫേവറായിട്ട് ചെയ്യില്ല ആ ഒരു വിശ്വാസത്തിലോ മറ്റാണ് ഈ എന്റെ അടുത്ത് വരുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു മോൾ ആരോട് ചോദിച്ചിട്ട് എന്റെ അടുത്ത് വന്നാൽ അപ്പോൾ പേര് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി ഈ കുട്ടി വയലന്റ് ആണ് ഭയങ്കര വയലന്റ് ആണ് പുതിയ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ജില്ലാ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് അവരുടെ കയറുന്നത് പേരൻസിന് ഒരു സാരി പോലും ഇഷ്ടമില്ല എൻ്റെ അടുത്ത് വരാൻ അതേസമയത്ത് ഈ കുട്ടി വളരെ നിർബന്ധിച്ച് ഞാൻ അവിടെ മാത്രമേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സംബന്ധിച്ചു കൊച്ചൻ ഈ മരുന്നെല്ലാം കൂടെ തന്നിട്ട് പറഞ്ഞു നല്ല ബുദ്ധിമുട്ടുള്ള കുട്ടിയാണല്ലോ നമുക്കറിയാം പാലക്കാട് ആകെ രണ്ട് കോളേജാണ് അങ്ങനെ ഫേമസ് ആയിട്ട് നിൽക്കുന്നത് വിക്ടോറിയ കോളേജും ഇതിനകത്ത് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു ninety four ninety five percentage ഉള്ള ബി എസ് സിക്ക് പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ ഇവളെന്ത് എന്ത് ചെയ്തു ഈ മരുന്നെല്ലാം എന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു നോക്ക് ഇതിന് ഇത്ര മാത്രം സൈഡ് എഫക്ട്സ് ഉണ്ട് ഇത് എന്തിനൊക്കെയുള്ള മരുന്നാണ് നോക്കാൻ പറ്റും പൈക്കോളാണ് സ്കിസോഫിനിക്കുള്ള മരുന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആരാ കൊടുത്തിരുന്നു ഇവൾക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഒരു പതിനെട്ട് വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടാവും അതിങ്ങനെ മുന്നോട്ട് മുന്നോട്ടായി ഇപ്പൊ ഇരുപത്തൊന്ന് വയസ്സായി അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഞാൻ ഇതൊന്നും കഴിക്കില്ല ഞാൻ ഇതൊന്നും കഴിക്കില്ല ഞാൻ ഏത് പ്രസന്റ് കണ്ടീഷൻ പറയാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പൊ ഇപ്പോൾ ഇവളുടെ പ്രസന്റ് കണ്ടീഷൻ വയലന്റ് ബിഹേവിയർ ആണ് ഇതിന് ഈ ഫിഫ്ത്ത് സെമ്മിന് മുമ്പ് ഒരു ഫോർത്ത് സെം എഴുതുന്ന സമയം വരെ ഈ കുട്ടി എക്സ്ട്രീംലി സൈലന്റ് ബിഹേവിയർ ആയിരുന്നു അതാണ് അതിന്റെ പ്രത്യേകത ആ അത്രയും നാള് പ്രീ മോർബിഡ് പേഴ്സണാലിറ്റി നമ്മൾ പറയും അസുഖം വരുന്നതിന് മുമ്പുള്ള പേഴ്സണാലിറ്റി അവള് ഭയങ്കര സൈലന്റ് ആയിരുന്നു ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു അതങ്ങോട്ട് കുട്ടി പുറപ്പെട്ട സമയത്ത് അതുവരെ ആരും കണ്ടെത്തിയിരുന്നില്ല ആശയം കണ്ടെത്തിയ സമയത്ത് അടുത്തത് അതാണ് ആ ഒരു ഡിറ്റർമൈൻ പ്രസന്റ് സ്റ്റാറ്റസ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് then identifying the most probable ആയിട്ടുള്ളത് കേസുകൾ വരുന്നത് incidence of the cases or cases എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഈ കേസ് പറഞ്ഞു തന്നെ ഇപ്പം ഇത് പൊട്ടി പുറപ്പെടാൻ ഉണ്ടായ ഒരു കാരണമുണ്ടാവും ഒരു റീസൺ പക്ഷേ ഇത് പാരമ്പര്യമായിട്ടുള്ളത് കൊണ്ട് ഇത് വന്നതാവാം എന്നാൽ പോലും ഇപ്പം ഇത് പൊട്ടിപ്പുറപ്പെടാൻ ഒരു എൻവയൺമെന്റ് ഫാക്ടർ അവിടെ വന്നിട്ടുണ്ട് ആ ഒരു എൻവയൺമെന്റ് ഫാക്ടർ ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അത് ഒരു കേസിലാണേലും ഏതൊരു കേസിലാണേലും അവിടെ ഒരു സ്ട്രെസ്ഫുൾ ഈവെന്റ് വന്നിട്ടുണ്ട് ആ ഈവെന്റ് കൊണ്ടാണ് ഇപ്പോൾ അത് പുറത്തോട്ട് വന്നത് അല്ലെങ്കിൽ ആ ഒരു അഡോളസൻ സ്റ്റേജിലാണ് സ്കിസോഫേനിയ ബൈപോളർ പോലെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒ സി ഡി ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സമയത്ത് എന്ത് കോഴ്സ് വന്നപ്പോഴാണ് ഇത് വന്നത് വേരിഫിക്കേഷൻ ഓഫ് ഹൈപ്പോളിസ് ഈ ഒരു അത് വന്നു ഇനി നമുക്ക് മനസ്സിലായതാണ് അങ്ങനെയാണെങ്കിൽ ഹൈപ്പോത്തിസിസ് കണ്ടുപിടിക്കും ഇതിന്റെ സ്റ്റെപ്സ് ആണ് ഹൈപ്പോത്തിസിസ് നമ്മൾ ഉണ്ടാകണം എന്തുകൊണ്ട് നമ്മളിത് കണ്ടുപിടിച്ച് കണ്ടെത്തുകയാണ് ഹൈപ്പോത്തിസ് എന്തുകൊണ്ടാണ് ഒരിക്കൽ ഒരുപക്ഷെ ഫാമിലി എന്നുള്ള പ്രോബ്ലം ആകാം അല്ലെങ്കിൽ സ്റ്റഡീസിന്റെ പ്രശ്നമാവാം അല്ലെങ്കിൽ പീർ ഗ്രൂപ്പ് ആവാം അല്ലെങ്കിൽ അഫയർ ആവാം ആകട്ടെ എന്റെ പ്രോബ്ലത്തെ അല്ല പറയുന്നത് എന്തും ആകട്ടെ ഇതുണ്ടാ ഇതാണ് വരുന്നത് അതിനകത്ത് കേട്ടോ diagnosis and remedy problem diagnosis ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് റെമഡിയൽ മെഷേഴ്സ് റെമഡിയൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റെപ്സിൽ പഠിച്ചിരുന്നു ഏതായിരുന്നു പഠിച്ചിരുന്നേ ട്രീറ്റ്മെന്റ് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ട്രീറ്റ്മെന്റ്സ് എന്ന് അപ്പൊ റെമഡിയൽ മെഷേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നു ഡയഗ്നോസ് ചെയ്തതിന് ശേഷമാണ് ഏതൊക്കെയുണ്ടെന്ന് ഞാനിപ്പോ പറഞ്ഞതിനകത്ത് ബൈപോളാറും ഉണ്ടായിരുന്നു സ്കിസോഫേനിയം ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ചോദ്യം ചോദിക്കും സ്കിസോഫേനിയൊക്കെ മെഡിസിൻ മാത്രമല്ലേന്ന് മെഡിസിൻ മാത്രമല്ല നമ്മൾക്ക് ഇവർക്ക് സൈക്കോ തെറാപ്പികളും കൊടുക്കാനായിട്ട് പറ്റും കാരണം ആദ്യം തന്നെ അവരുടെ ഒരു വിശ്വാസം നമ്മളിലേക്ക് ഇപ്പൊ ഈ വന്ന കുട്ടി ആ എനിക്ക് ഫേവറായിട്ട് മാത്രമേ പറയുള്ളൂ പേരൻസിനോട് യാതൊരു രീതിയിലും ഇല്ല എന്ന് ആരോ ആ കൊച്ചിന്റെ മനസ്സിൽ പറഞ്ഞു കൊടുത്തോണ്ടാണ് ആ കുട്ടി കാണാൻ വന്നത് അപ്പോൾ ആദ്യം നമ്മൾ അവരുടെ വിശ്വാസം എടുത്തിട്ട് എത്രയാണെങ്കിലും നമ്മൾ അവരോട് വളരെ സോഫ്റ്റ് ആയിട്ട് പിന്നെ ഒരു സൈക്കോളജിസ്റ്റ് ഒരിക്കലും ഇമോഷണൽ ബാലൻസ് കളയാൻ പാടില്ല ഞാൻ എപ്പോഴും ക്ലാസ്സിൽ എന്തിനിടയ്ക്ക് പറയട്ടെ എപ്പോഴും ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ക്ലാസ്സിൽ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ളവരെ നന്നാക്കാനോ അല്ലെങ്കിൽ അടുത്തുള്ളവരെ നന്നാക്കാനോ അതായത് ഹസ്ബൻഡിനെയോ വൈഫിനെയോ നന്നാക്കാനോ ആദ്യം പകുതി മെമ്പേഴ്സിനെ നന്നാക്കാൻ വേണ്ടി ഒരിക്കലും സൈക്കോളജി പഠിക്കരുത് ഒരു കാര്യമില്ല ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല അവരെ ഒന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല സൈക്കോളജി സൈക്കോളജി നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മളെ ആവശ്യം ഉള്ളവർക്ക് നമ്മൾ അപ്ലൈ ചെയ്യാം നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കാൻ ഒരിക്കലും നിൽക്കരുത് ശരിയാവില്ല സ്വയം നന്നാവാനാണെങ്കിൽ സൈക്കോളജി വളരെ നല്ലതാണ് നിങ്ങൾക്ക് സ്വയം നന്നാവാൻ നമുക്ക് നമ്മളെ മാറ്റാനേ പറ്റുള്ളൂ മറ്റൊരാളെ മാറ്റാൻ പറ്റില്ല എന്ന് നോക്കണം അതേ സമയത്ത് നമുക്ക് പുറമേ ഉള്ളവർ ഒരിക്കലും കൂട്ടുകാരിൽ അപ്ലൈ ചെയ്യാനല്ല റിലേഷൻസിൽ അപ്ലൈ ചെയ്യാനല്ല കേട്ടോ അത് ഓർത്തോളൂ കേട്ടോ then diagnose and remedial measures എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം ഇനി അത് ഈ റെമഡിയൽ മെഷേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം സ്ലോ ലേണേഴ്സിന് ലേണിംഗ് ഡിഫറെന്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ് അങ്ങനെയല്ലേ പറയാൻ പാടുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെയുള്ളവരിലും റെമഡിയൽ മെഷേഴ്സ് ഉണ്ട് അപ്പൊ ആ രീതിയിലുണ്ട് നമ്മൾ ഇത് സൈക്കോളജിയിൽ വന്നിട്ട് രണ്ടും വരുന്നുണ്ട് എന്നാൽ പോലും അബ്നോർമാലിറ്റീസിലോ അല്ലെങ്കിൽ ആണെങ്കിൽ നമ്മളുടെ റെമഡിയൽ മെഷേഴ്സ് തെറാപ്പികൾ കേട്ടോ ഓക്കെ ഫോളോ അപ്പ് ഏതൊരു കേസ് വന്നാലും അത് ഒരു ദിവസം കൊണ്ട് സോൾവ് ചെയ്ത് വിടാൻ പറ്റില്ല നമുക്ക് നമുക്കതിന് ഫോളോ അപ്പ് വേണ്ടതായിരിക്കും അപ്പൊ നമുക്കതിന് കറക്റ്റായിട്ട് അപ്പൊ ഓരോന്നിൻ്റെയും സ്റ്റെപ്പിൽ വ്യത്യാസമുണ്ട് ഓരോന്നിനും സൈക്കോ റിസർച്ച് സൈക്കോളജിയിലെ സ്റ്റെപ്പ് ഉണ്ട് അത് കൂടാതെ ഓരോന്നിനും ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരാളുടെ ബിഹേവിയർ പോലെയല്ല മറ്റൊരാളുടെ ബിഹേവിയർ അത് ചേഞ്ചസ് ഉണ്ട് ആ ചേഞ്ചസിനനുസരിച്ച് തന്നെ നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ അയ്യോ ഞാൻ അന്ന് പഠിച്ചു വെച്ച തിയറി ഇതാണല്ലോ ഇതിവിടെ ആപ്ലിക്കബിൾ ആവുമല്ലോ ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും പിന്നെ നമുക്ക് കീറി മുറിച്ചൊരു തിയറി സൈക്കോളജിയിൽ ഒന്നും അതേ എന്നും ഒന്നും അല്ല എന്നും പറയാൻ പറ്റും ഇത് അങ്ങനെയാണല്ലോ എന്ന് കംപ്ലീറ്റ് നമ്മൾ പറയാൻ ആദ്യം എടുത്ത് നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ അത്രയും വ്യത്യസ്തമായിട്ടുള്ളതാണ് പഠിക്കുന്നത് പിന്നെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പൊ അത് ആദ്യം തന്നെ ഇങ്ങനെ തറപ്പിച്ചു വെക്കുക പിന്നെ തിയറിയൊക്കെ അത് അതിന്റെ വഴിക്ക് ഇങ്ങനെ പോകട്ടെ എപ്പോഴും ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള നമ്മുടെ ഡ്യൂട്ടി തന്നെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് സംസാരിക്കുക എന്നുള്ളതല്ല ഒബ്സർവ് ചെയ്യുക പിന്നെ സംസാരിക്കുക എന്നുള്ളതുണ്ട് സംസാരിക്കുക എന്നുള്ളത് നിങ്ങൾ ഓർക്കുമ്പോൾ ഓർക്കണം ഇതിന്റെ കൂടെ തന്നെയാണ് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജി ആണെന്ന് ഇവിടെ പറയുന്നത് നമുക്ക് വേർഡ് പവർ ഉണ്ട് ഇത്തിരി വേർഡ് പവർ ഉണ്ട് നമുക്ക് നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആൾക്ക് ഇതെനിക്ക് ഇത് നിങ്ങൾ അത് നിങ്ങൾക്ക് കിട്ടും ഒരിടത്ത് നമ്മളുടെ സൈക്കോളജിസ്റ്റിന്റെ നിഘണ്ടുവിൽ നോ എന്നൊരു വാക്ക് നോ എന്നൊരു വാക്കില്ല നമ്മുടെ അടുത്ത് ഏതൊരാൾ വന്നാലും നമ്മൾ എ പറയാവുള്ളൂ നോ പറയരുത് അവർക്ക് ദാറ്റ് മീൻസ് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കുക ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക അല്ലാതെ ആവശ്യമില്ലാത്ത മീനിങ്സ് ഒന്നും വരരുത് ആസ് എ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് നോ ഇല്ല നമ്മുടെ അടുത്ത് ഏത് പേഷ്യന്റ് വന്നാലും നമ്മൾ യെസ് ആണ് പറയുന്നത് അവർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കും ആ കൊടുക്കുന്നത് നമ്മുടെ വാക്കുകളാണെന്നുള്ള ഓർമ്മ വേണം അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പോസിറ്റീവ് ആയി മാം ഒന്ന് ചോദിച്ചോട്ടെ മാം ഈ കേസ് സ്റ്റഡി മെത്തേഡ് മാം ചെയ്യുമ്പോൾ നോട്ട്സ് വെക്കാറുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹിസ്റ്ററി പോലെ മാം മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ ഏതെങ്കിലും പേഷ്യൻസിന്റെ അങ്ങനെ ചെയ്യാം നോട്ട്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം നമ്മൾ ചെയ്യേണ്ടത് വരുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ ചെയ്യുന്നതിനൊക്കെ അവർക്ക് റെക്കോർഡിക്കലായിട്ട് വേണം അപ്പം റെക്കോർഡിക്കലായിട്ട് കൊടുക്കുമ്പോൾ സൈക്കോളജിക്കൽ വേർഡ്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആരെങ്കിലും അത് എടുത്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് വെക്കും ഇനിഷ്യലാണ് നമ്മൾ ചെയ്യാറ് പിന്നെ അവർക്ക് അവരുടെ റെക്കോർഡിക്കലായിട്ടുണ്ടാവും എന്നാൽ പോലും അവിടെ നമ്മളുടെ കൂടെ കുറെ കുട്ടികൾ ഉണ്ടാവും ഞാനൊക്കെ ഇപ്പൊ വർക്ക് ചെയ്യുന്നിടത്ത് അവിടെ കുറെ മെമ്പേഴ്സ് ഉണ്ട് അവർക്ക് ആർക്കും കേസ് എന്റെ കേസ് എടുത്ത് വായിച്ചാൽ ആർക്കും മനസ്സിലാകാൻ പാടില്ല അതെനിക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ് എഴുതി വെക്കില്ല പാടില്ല നമ്മൾ ഞാനൊക്കെ വിശ്വസിക്കുന്ന ഈ ക്രിസ്ത്യൻസിൽ ഒരു വിശ്വാസമില്ലേ കുമ്പസാരം എന്നൊക്കെ പറഞ്ഞ പോലെ അതേപോലെ നമ്മൾ വിശ്വസിച്ച് നമ്മളോട് വന്ന് പറയുന്ന ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത് അത് നമുക്ക് ഒരിക്കലും ഉദാഹരണത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നു ഒരിക്കലും ഒരാളുടെ പേര് അത് കഴിഞ്ഞു മറന്നു ഞാൻ സ്പെഷ്യലി പറയാറുണ്ട് തന്നെ വഴിക്കണ്ട പോലും എന്നോട് മിണ്ടാൻ നിന്നേക്കരുത് കാരണം എന്റെ അടുത്ത് എങ്ങനെ എന്നെ പരിചയപ്പെട്ടു ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാറില്ല അതേസമയത്ത് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഓക്കെ ഈ കാര്യങ്ങളും എഴുതി വെക്കാറില്ല എഴുതി വെക്കില്ല ശരി ശരി ഓർക്കേണ്ടത് കഴിഞ്ഞു ഒരു ഏതൊരു പ്രോബ്ലം വന്നാലും അത് സോൾവ് ചെയ്ത് വിടുക എന്നുള്ളതാണ് സോൾവ് ചെയ്ത് വിടുക അത് ഗോഡ്സ് ഗ്രേസ് സോൾവ് ചെയ്ത് പക്ഷെ അതൊരിക്കലും റിപ്പീറ്റ് ചെയ്ത് അവരെ കാണുമ്പോൾ അത് ഓർക്കോ അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ ആ ആ പരിപാടിയില്ല അതാണ് അങ്ങനെ വന്നാൽ നമുക്ക് ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയിട്ട് ആവാൻ പറ്റില്ല ഓക്കെ ട്രസ്റ്റ് ഇന്റേണൽ വാലിഡിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവിടെ വന്നായിരുന്നു നിന്നിരുന്നത് അപ്പം അതിൽ ഫസ്റ്റ് കൺഫൗണ്ടിങ് ഞാൻ പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിനകത്ത് വേരിയബിൾസ് ആയിരുന്നു ഞാൻ പറഞ്ഞത് വേരിയബിൾസിൽ ഇപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും വേരിയബിൾസ് ഉണ്ടാവും കുറെ വേരിയബിൾസ് ഉണ്ടാവും ഇപ്പൊ ഞാൻ തന്നെ എക്സാമ്പിൾ ആവാം എന്റെ വീട്ടിൽ ഞാനുണ്ട് എന്റെ മദറിലോ ഉണ്ടെന്ന് കൂട്ടുക മദറിലോയ ഹസ്ബൻഡ് അങ്ങനെ ഉണ്ട് അപ്പം ഞാൻ എത്രയൊക്കെ മാറിയാലും ഈ വീടിനുള്ളിൽ മദറിലോ ഉണ്ട് എത്ര മാറുന്നത് അവരുടെ ഒരു ഇൻഫ്ലുവൻസ് എനിക്കുണ്ട് അതിങ്ങനെ എന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് എനിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല കോൺഫൗണ്ടഡ് ആയിട്ട് അതങ്ങനെ നിൽക്കുകയാണ് എന്റെ കൂടെ തന്നെ അപ്പൊ അവിടെ എത്ര ഞങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കിയാലും പറ്റില്ല സോൾവ് ആവുന്നില്ല അത് അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് ഇനിയുള്ളത് കുറച്ചേ ഉള്ളൂ അല്ലെങ്കിൽ അവരോട് ഇന്ന് പറഞ്ഞോട്ടെ പൊയ്ക്കോട്ടെ എന്ന് വെക്കുകയല്ല ആ അത് രണ്ടുപേരും തമ്മിൽ വഴക്ക് കൂടുന്നു നീ ഉണ്ടാക്കിയ കറി ഞാൻ കൂട്ടില്ല ഞാൻ ഉണ്ടാക്കിയത് നീ കൂട്ടില്ല നീ ഇത്ര അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ പറയണ്ടല്ലോ പറയാതെ തന്നെ അറിയാം അപ്പൊ കോൺഫൗണ്ടഡ് വേരിയബിൾസെ ദെൻ നമ്മൾ ഇന്റേണൽ ത്രെഡ്സിന് വരുന്നത് സെലക്ഷൻ ബയാസ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ കുറെ ആൾക്കാരെ നമ്മൾ എടുക്കുകയാണ് ഇനി അത് ഫാമിലിയിലാണെങ്കിൽ പോലും അപ്പൊ നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി നോക്കണം മെന്റൽ ക്യാപബിലിറ്റീസ് നോക്കണം ഫിസിക്കൽ എബിലിറ്റീസ് നോക്കണം ഓരോരുത്തരുടെ മോട്ടിവേഷണൽ ലെവൽ നോക്കണം കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവരുടെയൊക്കെ സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല കാരണം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഇപ്പൊ ടീച്ചേഴ്സിന്റെ ഒരു ഗ്രൂപ്പും ഡോക്ടേഴ്സിന്റെ ഒരു പത്ത് ഡോക്ടേഴ്സും പത്ത് ടീച്ചേഴ്സും കൂടെ വെച്ചാൽ രണ്ട് കൂട്ടരെയും കൂടെ ഒരുമിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല നമ്മൾ അവരെ രണ്ടായിട്ട് തന്നെ എടുക്കും ആ ഒരു ഗ്രൂപ്പിനെങ്കിലും നമ്മൾ രണ്ടായിട്ട് എടുക്കും കാരണം രണ്ടുപേരുടെയും മോട്ടിവേഷൻ ലെവൽ വ്യത്യസ്തമായിരിക്കും പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള കുറെ ഇന്റേണൽ ത്രെഡ്സ് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് കേട്ടോ അത് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് നമ്മളോട് ഇപ്പോൾ ഒരു വില്ലേജിന്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എടുക്കാൻ പറഞ്ഞാലും ആ ഏരിയയിൽ പലതരത്തിലുള്ളതുണ്ട് സോഷ്യോ എക്കണോമിക് സെനോറിയോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട് then next one is maturation പറയുന്നുണ്ടേ നമ്മൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങി മൂന്ന് വർഷം കൊണ്ടാണ് റിസർച്ച് പൂർത്തിയാകുന്നത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിലാണ് ചെയ്യാൻ തുടങ്ങിയത് റിസർച്ച് കഴിഞ്ഞപ്പോൾ അവരോട് എത്തി മൂന്നാല് വർഷത്തിപ്പോഴത്തേക്ക് അവർ പന്ത്രണ്ടാം ക്ലാസ്സിലെത്തി അപ്പൊ ആ ഒരു അവരുടെ അന്നുണ്ടായിരുന്ന ആ ബിഹേവിയറിലൊക്കെ ചേഞ്ചസ് വന്ന് മാറ്റങ്ങൾ വന്നു അങ്ങനെയുള്ള കുറെ തടസ്സങ്ങൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് പിന്നെ വീടാണേലും വീടിലെ വീട്ടിലെ എൻവയോൺമെന്റ് മാറുന്നു അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു ഇതൊക്കെ നമ്മളെ നമ്മുടെ റിസർച്ചിനെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് ചിലപ്പോ ഒക്കെ നമ്മൾ റിപ്പീറ്റഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഓ ഇത് അന്ന് നടത്തിയതല്ലായിരുന്നോ ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ നടത്തുകയാണ് ഒരു പ്രീ ടെസ്റ്റ് നടത്തി അല്ലെങ്കിൽ വേറൊരാൾ നമുക്കറിയാം ബി എഡിന് പിള്ളേരെ വിട്ടാൽ പറയും ഓ വന്നു ടീച്ചിങ് പ്രാക്ടീസിനുള്ളവർ ഇതിനു മുമ്പും അവർക്ക് നല്ല പരിചയമാണ് ഇവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറും എന്ന് പറഞ്ഞ പോലെ ഓ ഇവര് കഴിഞ്ഞ ദിവസം മെഷർമെന്റ് നടത്തി പോയതാണ് ഓ വീണ്ടും വന്നു ഇവര് ഇത് തന്നെയല്ലേ ഞങ്ങൾ നേരത്തെ ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലുള്ള repeating then regression towards the mean regression ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല ചില സമയത്ത് ചില സിറ്റുവേഷനിൽ ഇവർ മാറുകയാണ് ഒരു ക്ലാസ്സിൽ രണ്ട് ടീച്ചേഴ്സ് ഒരു ടീച്ചറിനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടീച്ചറിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ആ സബ്ജക്റ്റിനെ അവർ സ്നേഹിക്കുന്നു നമ്മൾ അങ്ങനെയല്ലേ പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെയും ഞാൻ സ്നേഹിക്കണം എന്റെ സബ്ജക്റ്റിനെയും ഞാൻ സ്നേഹിക്കണം എന്നാണല്ലോ നമ്മുടെ പോളിസി ആണോ അല്ലയോ അങ്ങനെയാണ് പോളിസി ഓക്കെ അപ്പം എന്റെ മുമ്പിലിരിക്കും ഇപ്പൊ ഞാൻ നിങ്ങളെയും സ്നേഹിക്കും എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയും ഞാൻ സ്നേഹിക്കണം അതോടൊപ്പം ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റായ സൈക്കോളജി സ്നേഹിക്കണം അപ്പോഴേ അത് പൂർത്തിയാവുന്നുള്ളൂ ഇതല്ലാതെ നിൽക്കുന്ന ഒരു ടീച്ചറാണ് ക്ലാസ്സിൽ പോയി നിൽക്കുന്നതെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ആ ടീച്ചറിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ സബ്ജക്റ്റ് തന്നെ വിട്ടിട്ട് പോകുന്ന അവരുണ്ട് അതേപോലെയുള്ള ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഉസാസ് ചിലപ്പോൾ ഇയാളാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് ചില സമയത്ത് മൊറാലിറ്റി ചില ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ അവർ ഒഴിഞ്ഞു പോകും അവരുടേതിനെ അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അപ്പൊ അത് പറ്റില്ല ഇതൊക്കെ ഇതൊക്കെയാണോ ചെയ്യുന്നത് അപ്പൊ അത് നമ്മളെ ബാധിക്കുന്നുണ്ട് ചില സമയത്ത് നമുക്ക് വരുന്നുണ്ട് കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റ് ഗ്രൂപ്പും തമ്മിലുള്ള ഒരു ക്ലാസ് വരുന്നുണ്ട് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോയിട്ട് നമ്മൾ ചെയ്തു അപ്പം എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എയും ബി എയില് ഒരാള് ഇത്രമാത്രം മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് കണ്ട നമ്മളത് ചെയ്തു മാറുകയാണ് അപ്പം ഇപ്പുറത്തെ സൈഡിൽ കുട്ടികൾ എന്ന് വിചാരിച്ചു ആഹാ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഞങ്ങളുടെ ബിഹേവിയറൽ ചേഞ്ചസ് അവരൊരുമിച്ച് തീരുമാനിക്കുകയാണ് അങ്ങനെ ഇപ്പം വേണ്ട ടീച്ചർ ഇവര് ഇതിൽ ചെയ്യുകയാണ് അപ്പൊ ഞങ്ങൾ തന്നെ അങ്ങ് മാറിയേക്കാം അപ്പൊ തോന്നുന്നു അവിടെ നമ്മുടെ റിസർച്ചറിനെ റിസർച്ചിനെ അത് ബാധിക്കുന്നുണ്ട് എക്സ്പെരിമെന്ററെ അല്ലെങ്കിൽ റിസർച്ചറെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനൊരു റിസർച്ചറോട് ചെന്ന് ഇവരാണോ വന്നിരിക്കുന്നത് ചെയ്യാൻ എനിക്ക് ഇവരെ നേരത്തെ ഇന്ന സ്ഥലത്തുള്ള ആളുടെ ഇവരോ അങ്ങനെ ഇല്ലേ എനിക്ക് അവരെ ഇഷ്ടമല്ല അപ്പം എക്സ്പെരിമെന്ററുടെ പേഴ്സണാലിറ്റിയും എക്സ്പെരിമെന്റുകളോടുള്ള എല്ലാം അതിൽ ബാധിക്കുന്ന ചില സമയത്ത് കേട്ടോ ഇനി ഇത് തന്നെ എക്സ്റ്റേണൽ വാലിഡിറ്റിയിൽ വരുന്ന ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് എക്സ്റ്റേണൽ ഇന്റേണൽ വാലിഡിറ്റിയിൽ ഇതൊക്കെയാണ് വന്നതെങ്കിൽ എക്സ്റ്റേണൽ വാലിഡിറ്റിയിൽ വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഓ ചെന്ന് നമ്മൾ നിന്നു നമ്മൾ നമുക്ക് നമ്മളോടുള്ള ഇഷ്ടക്കുറവ് വന്നു അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ചില ട്രീറ്റ്മെന്റ് അതായത് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ റിലാക്സേഷൻ ഇതൊക്കെ കൊടുത്തപ്പോൾ എനിക്കിതൊന്നും ആവശ്യമില്ല എനിക്ക് ഇതിന്റെ ഒന്നും കാര്യമില്ല ഇതുകൊണ്ടൊന്നും എന്റെ കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല എന്നുള്ള സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഉണ്ട് ചില സ്ഥലങ്ങൾ ഭയങ്കര സ്വരമൊക്കെ ഉണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ലൈറ്റിംഗ് സിസ്റ്റം ഇല്ല അങ്ങനെ എക്സ്റ്റേണൽ കുറെ ഫാക്ടേഴ്സും നമ്മുടെ റിസോഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റിമെന്റിനെ ബാധിക്കുന്നുണ്ട് ഞാനിപ്പോ നിങ്ങളെ കൊണ്ടുവന്നിരുത്തിയിട്ട് പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുകയാണ് അവിടുത്തെ കുറ്റപ്പുറത്ത് മ്യൂസിക് നടക്കുന്നുണ്ട് അവിടുത്തെ ചെമ്പുകളും കേൾക്കുന്നുണ്ട് ഓ നിങ്ങൾ ഇതിങ്ങനെ നോക്കി എന്നിട്ട് വെറുതെ ടിക് ടിക് ടിക് ടിക് പോയി അപ്പൊ എന്ത് സംഭവിച്ചു എല്ലാം മിസ്റ്റേക്ക് ആയിട്ട് വന്നു അപ്പൊ ആ ഒരു എൻവയൺമെന്റ് നമ്മളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് pre test effects pre test effects എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നടത്തിയ ഒരു ടെസ്റ്റ് ഉണ്ട് നമ്മൾ എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് നടത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് ഓ ഇതൊക്കെ അന്ന് ചെയ്തതല്ലേ ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് ആ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ട് വരും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിലെ പ്രീ ടെസ്റ്റിന് ഇനി ഫാമിലി എൻവയോൺമെന്റിന് ഒരു പ്രീ ടെസ്റ്റ് വന്നു വിചാരിക്കുക അന്ന് ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞതേ വീട്ടിൽ കുടുംബകലഹം ഉണ്ടായി ഇനി ആ വഴി പിന്നെ പോകാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് അങ്ങനെ വരുന്നതുകൊണ്ട് അതേപോലെ തന്നെ ഒരു റിസർച്ചർ പോയിട്ട് അവിടെ ചെന്ന് ഇതെല്ലാം ജനറലൈസ് ചെയ്ത് നടത്തി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ഒരാൾക്ക് ചെയ്യാൻ സമയമാകുമ്പോൾ അവിടെ പോകാൻ പറ്റില്ല ഓ കഴിഞ്ഞ പ്രാവശ്യത്തെ ആൾ വന്നിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു വീട്ടില് പ്രശ്നങ്ങൾ ആയി അങ്ങനെ വരാറുണ്ട് അപ്പൊ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും വരാറുണ്ട് ഇന്റേണൽ ഫാക്ടേഴ്സും വരാറുണ്ട് റിസർച്ച് ചെയ്യുമ്പോൾ ഇനി കേസ് സ്റ്റഡിയുടെ തന്നെ വേസ് ഓഫ് കേസ് സ്റ്റഡീസ് ഉണ്ട് ഇയാൾ ചോദിച്ച അതേ ചോദ്യത്തിന് ഉത്തരമാണ് പറയുന്നത് writing analyse of case study എന്നാണ് പറഞ്ഞിരിക്കുന്നത് എഴുതി വെക്കുന്നത് എഴുതി വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇത് എഴുതേണ്ടതായിട്ട് തന്നെ വരും കേസ് സ്റ്റഡി ഓരോന്നും എഴുതേണ്ടതായിട്ട് വരും ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞതുപോലെ വരുമ്പം നമ്മൾ കാണുന്ന ആ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം നമ്മൾ തന്നെ സ്വയം എഴുതി വെക്കുകയാണ് അതായത് സിംറ്റംസ് ആണ് നമ്മൾ കണ്ടത് ഈ കുട്ടി വന്നപ്പം ഈ കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു പറയാൻ സാധിക്കുന്നില്ലായിരുന്നു എഴുതാൻ സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ കുറെ സിംറ്റംസ് നമ്മൾ കണ്ടു അപ്പൊ ഈ സിംറ്റംസ് ഒക്കെ ചീഫ് കംപ്ലൈൻസ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുന്നുണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഡയഗ്നോസ് ചെയ്ത് കിട്ടിയിട്ടില്ല അപ്പം ഇത് എഴുതി വെക്കണം എന്നുള്ളതാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബേസ് ഓഫ് കേസ് സ്റ്റഡീസിലാണ് അപ്പൊ എല്ലാം എഴുതി വെച്ച് അനലൈസ് ചെയ്ത് എന്തുകൊണ്ടാണ് എഴുതി വെക്കുന്നത് ഇത് എഴുതി മറ്റാരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കേസ് സ്റ്റഡീസ് എഴുതി വെക്കണം എന്ന് പറയുന്നത് കേസ് സ്റ്റഡീസ് എഴുതുന്നതിന് ഫോർമാറ്റും ഉണ്ട് നെക്സ്റ്റ് ഇയറിൽ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മൾ ഇത് എഴുതി വെക്കുകയാണ് ഓരോന്നായിട്ട് എഴുതാൻ തുടങ്ങി കുട്ടിക്ക് ഇത്ര ഇത്ര സിംറ്റംസ് ഉള്ളൂ ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇത് എഴുതി വെക്കുന്ന അറിയാവോ ഞങ്ങളൊക്കെ മനസ്സിലെഴുതും കുറെ വർഷങ്ങളായതുകൊണ്ട് മനസ്സിലെഴുതും മറക്കില്ല ഈ ചെയ്യുന്നത് നിങ്ങൾ ക്രിയേറ്റിവിറ്റിയിൽ പഠിക്കുന്നുണ്ടാവും പഠിച്ചോന്ന് എനിക്കറിയില്ല പഠിക്കുന്നുണ്ടാവും നമ്മുടെ മനസ്സിൽ കേസ് വന്നു ഞാനിപ്പോ ആ കൊച്ചു വന്നു ആ കൊച്ചന്റെ മനസ്സിൽ ഉണ്ട് മനസ്സിനും പോകുന്നില്ല എപ്പോ വരെ പോകുന്നില്ല അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നിടം വരെ അതായത് ഞാൻ എൻ്റെ മനസ്സിൽ പ്രിപ്പയർ ചെയ്തു പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതും കൊണ്ടാണ് നടക്കുന്നത് ആ ഈ ഒരു പ്രോബ്ലം ഇതിനകത്തുണ്ടല്ലോ ഒരു ആർക്കമിഡീസ് ആപേക്ഷിക സിദ്ധാന്തം കണ്ടെത്തുന്നത് അറിയോ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിയിൽ പറയാം ആർക്കമിഡീസിനോട് രാജാവ് പറയുന്നുണ്ട് ഈ ഈ ഒരു സ്വർണ്ണ കുപ്പി അല്ലെ അതിനകത്ത് എത്രമാത്രം ഉണ്ട് എന്ന് നോക്കാൻ പറയുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം ഇല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ രണ്ട് ദിവസത്തിനുള്ളിലാണ് പോകുന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ തല വിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആൽക്കമിസ്റ്റ് എന്ത് ചെയ്തു ഇത് കേട്ടു ഇത് കേട്ടതിന്റെ ഒരു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാള് അത് കഴിഞ്ഞിട്ട് ഇയാള് ഇതേക്കുറിച്ച് മാത്രം കേസ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ഊണിലും ഉറക്കത്തിലും അതായത് ഒരു ഇൻക്യുബേഷൻ സ്റ്റേജ് നമ്മൾ മൊട്ടയ്ക്ക് ഇരിക്കാന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഇത് മാത്രമുള്ള തലയില് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം അങ്ങനെയാണ് അയാള് ബാത്ടബില് കുളിക്കാൻ കയറി കിടക്കണ സമയത്താണ് ഇദ്ദേഹത്തിന് ഒരു ഇല്യൂമിനേഷൻ പെട്ടെന്ന് ഒരു ബോധം എന്താണ് ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റെപ്സ് ആണ് കേട്ടോ അല്ലെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും ഏതിലെങ്കിലും അപ്പൊ ആ ഒരു ഇൻക്യുബേഷൻ കഴിഞ്ഞു ഇല്യൂമിനേഷൻ ആയി പെട്ടെന്ന് ഒരു ബൾബ് മിന്നുന്ന പോലെ മിന്നു ബാത്ടബിന്ന് ഇയാൾ കയറി കിടന്നപ്പോൾ ബാത്ടബിന്ന് വെള്ളം പോയപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാകുന്നത് എത്രമാത്രം ഈ സ്വർണത്തിൽ എത്രമാത്രം ചെമ്പിന്റെ അംശമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇയാൾ അങ്ങനെ അതേ നേക്കഡായിട്ട് എഴുന്നേറ്റ് ഓടുകയാണ് യുറീക്ക യുറീക്ക എന്നും പറഞ്ഞ് ഓടുകയാണ് കണ്ടുപിടിച്ചതെന്നും പറഞ്ഞ് ഓടുന്ന ഒരു രംഗം ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് യുറീക്ക എന്ന് പറഞ്ഞ ബുക്കൊക്കെ നമ്മളൊക്കെ അറിയാം അപ്പൊ അതേപോലെ അതേപോലെ നമ്മുടെ മുമ്പിൽ എത്തുന്ന പ്രോബ്ലം നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നുണ്ടാവും ആ ചിലപ്പം മനസ്സിലായിരിക്കും നോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നോട്ട്ബുക്കിലായിരിക്കും അവർ പോയി കഴിഞ്ഞിട്ടായിരിക്കും ഇവരുടെ മുമ്പിൽ കണ്ണി നോക്കി ഇരുന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ എഴുതില്ല കേട്ടോ അത് മനസ്സിലാക്കുക അപ്പൊ തന്നെ അവരുടെ മൂട് പോയിട്ടുണ്ടാവും നമ്മളോട് പറയാൻ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്ത് അവര് പറയുന്നത് വളരെ എന്താ പറയാ സോഫ്റ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് എല്ലാം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ സിറ്റുവേഷനെ മനസ്സിലാക്കി ഓരോരുത്തരും അവരായിരിക്കുന്നത് പോലെ കണ്ടിട്ടാണ് നമ്മൾ ആ പ്രോബ്ലത്തിനെ നമ്മൾ എടുക്കുന്നത് നമ്മളായിരിക്കുന്ന സിറ്റുവേഷനിലല്ല നമ്മൾ ആ പ്രോബ്ലം കാണുന്നത് ആ വ്യക്തി ആയിരിക്കുന്ന പോലെ ഞാനൊക്കെ ഡിഗ്രിക്ക് സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ഒരു നൂറ് തവണ പറഞ്ഞ് നൂറൊന്നും ആയിരൊന്നും പറയാം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിന്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി ആയിരിക്കുന്നത് പോലെ കാണാവുള്ളൂ നീ ആയിരിക്കുന്നത് പോലെ അവരെ മാറ്റാൻ ശ്രമിക്കരുത് അവരായിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് അവരെ കാണുക ഓക്കെ അപ്പൊ അവരായിരിക്കുന്ന സിറ്റുവേഷൻ എന്റെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിയെ ഞാൻ അസസ് ചെയ്ത് വരുന്നത് അവരുടെ സിറ്റുവേഷൻ അവരുടെ കൾച്ചർ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഏറ്റവും ഉയർന്ന നിലയിലും വരാം അങ്ങ് താഴെ വരെ പോകേണ്ടി വരും അപ്പൊ എല്ലാ ലെവലിലും ഉള്ളത് നമ്മൾ മനസ്സിലാക്കിക്കണം എന്നിട്ട് വേണം ലളിതാമണിയുടെ കേസ് സ്റ്റഡിയിൽ panel or experts panel or എക്സ്പേർട്സിൽ ചില കാര്യങ്ങളില് മാനർ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ കുറെ പേരുകൾ പേര് ഇരുന്നിട്ട് ഇരിക്കുക ഒരു കേസ് സ്റ്റഡി വന്നു ഒരു രക്ഷയില്ല തന്നെ ചെയ്യാൻ അപ്പം അതേപോലെയുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും നമുക്ക് അവരോട് ഡിസ്കസ് അതും വഴിയും ആരും അങ്ങനെയുള്ള ആൾക്കാരോടല്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തണം നമുക്ക് വേണ്ടിയിട്ട് എക്സ്പേർട്സിനെ നമുക്ക് കൂടുതൽ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം പലരും കൂടുമ്പോൾ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുന്നത് ഒറ്റയ്ക്ക് ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ നമ്മളറിയാം ഹോസ്പിറ്റലിൽ അപ്പം നിംഹാസിലൊക്കെ പോവാണെങ്കിൽ അഞ്ചും ആറും ഡോക്ടേഴ്സ് ഇരുന്നിട്ടായിരിക്കും ചില കേസുകൾ സ്റ്റഡി ചെയ്യുന്നത് ഇതിൽ ഏതൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഏതൊക്കെ വിഭാഗത്തിൽ ഇതിനകത്ത് നിന്ന് പോയിട്ടുണ്ട് ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ബൈപ്പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബൈപ്പോളാർ മാത്രമായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുക അതിനോടനുബന്ധിച്ച് ആൾക്ക് ഒ സി ഡി ഉണ്ടാവും ചിലപ്പോൾ സ്കിസോഫേനിയുടെ സിംറ്റംസ് ഉണ്ടാവും അപ്പൊ ഇത് ഏതാണ് നമുക്കൊരിക്കലും ഒരു പനി വന്നാൽ പനിയുടെ കൂടെ ജലദോഷം ഉണ്ടാവും ചുമയുണ്ടാവും ശരിയല്ലേ അപ്പൊ ജലദോഷം നമ്മൾ പനിയിൽ മാത്രമല്ല എഴുതുന്നത് ജലദോഷമുണ്ട് ചുമയുണ്ട് അതിനൊക്കെ മരുന്ന് അതേപോലെ തന്നെയാണ് ഇപ്പം ഒരു എണ്ണമല്ല ഇന്റഗ്രേറ്റഡ് ആയിട്ടായിരിക്കും മെന്റൽ ഡിസോർഡേഴ്സ് വരുന്നത് ഇനി അത് നമുക്ക് വേറൊരു ടൈപ്പിൽ നോക്കുകയാണെങ്കിൽ ലേണിംഗ് ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും അവർക്ക് ചിലപ്പോൾ എ ഡി എച്ച് ഡി ഉണ്ടാവും അതിന്റെ കൂടെ ഒ സി ഡി ഉണ്ടാവും അങ്ങനെ ഇതൊരു ഇന്റഗ്രേറ്റഡ് ആയിട്ട് വരുമ്പം നമുക്ക് ചില സമയത്ത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഇത് ഏതാന്നുള്ളത് കാരണം സൈക്കോളജിക്ക് ഒരു പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും സൈക്കോളജി എടുക്കുന്നുണ്ട് എന്നാൽ പോലും ഇത് പഠിച്ച് എത്ര പഠിച്ചാലും മറന്നു അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം പഠിച്ചു ബുക്ക് വായിച്ചു മതിയെന്നല്ല ഇത് എത്ര വർഷം പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു എൺപത്തി ആറ് എൺപത്തി ഏഴ് മുതൽ എൺപത്തി ഏഴ് മുതലാണ് പഠിക്കുന്നത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും നിർത്തിയിട്ടില്ല അതിങ്ങനെ അത് മറന്നു പോകുകയെ ഇന്ന് പഠിക്കുന്നത് നാളെ മറന്നു പോകും അതാണ് ഹ്യൂമൻ ബിഹേവിയറിലാണ് പഠിക്കുന്നത് അപ്പൊ നമ്മളൊരു നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവണം കുറച്ച് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ പറയാ ഒക്കെ ആവാം ഒത്തിരി അങ്ങോട്ട് ആരുമായിട്ടും മിങ്കിളായി പോവുകയും ചെയ്യരുത് ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നാൽ നമ്മൾ അപ്രോച്ചബിൾ പേഴ്സണാലിറ്റിയും ആയിരിക്കണം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേസ് സ്റ്റഡിയുടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് എല്ലാവരിലും ഉണ്ടായിരിക്കണം എല്ലാവരുമായിട്ട് ഉണ്ടായിരിക്കണം അതേ സമയത്ത് മക്കളെ എല്ലാവർക്കും നമ്മുടെ അടുത്ത് അപ്രോച്ചബിൾ ആയിരിക്കും നമ്മളൊരു കാര്യം പറയാൻ ഒരാൾക്ക് പേടി തന്നരുത് ഏതൊരു കാര്യം പറഞ്ഞാലും അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനും കൊടുക്കാൻ പറ്റണം അപ്പോഴേ കേസിൽ വരുന്നത് അപ്പൊ നമ്മൾ ഒരു പാനല് ആ ഒരു പാനലില് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ളത് ഇന്നൊക്കെ മിക്കവാറും ഒരുമിച്ച് പഠിച്ചവരൊക്കെ പറയാറുണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ട് എങ്കിൽ പോലും ആ ഒരു പ്രശ്നം ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യും അത് ഒന്ന് പറഞ്ഞു തരുമോ ചിലപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജെൻസിന്റെ പ്രോബ്ലം വരുമ്പോൾ ഞാൻ വിചാരിക്കും തോന്നുന്നു ഇതിനൊരു സൊല്യൂഷൻ ഇതെങ്ങനെ ഞായിരിക്കും എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ട് അപ്പം അവരോട് തന്നെ വിളിച്ചു ചോദിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ബിഹേവിയർ ആണ് കാണിക്കുന്നത് എന്ത് അപ്പോൾ ഒരു പാനൽ അവിടെ വേണ്ടതായിട്ട് വരുന്നുണ്ട് നമുക്ക് എക്സ്പേർട്ടിന്റെ ഒരു പാനൽ വരുന്നുണ്ട് അത് വേണം the analysis of similar case studies നമ്മൾ നോക്കുകയാണ് പല കേസ് സ്റ്റഡീസ് വന്നു നമ്മുടെ ഇനി ദൈവം അനുഗ്രഹിച്ചു ഞാൻ നിങ്ങളോട് വിശ്വാസികളിൽ എനിക്ക് കുഴപ്പമില്ല ഒരു പ്രപഞ്ചകർത്താവ് ഉണ്ടല്ലോ കുഴപ്പമില്ല ആ ഒരു ആളെ ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഒരു കേസ് പോലും നമ്മളുടെ അടുത്ത് ബൈപ്പോളാർ ഒരു പത്തെണ്ണം വന്നാലും ഒന്നും ഒരുപോലെ ആയിരിക്കില്ല ഡിപ്രഷൻ ഒരു പത്തെണ്ണം വന്നാലും ഒന്നും ഒരുപോലെ ആയിരിക്കില്ല അപ്പൊ ഒരേപോലെയുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ തന്നെ എഴുതി വെക്കണം ഈ സിംറ്റംസ് ഒക്കെ ഇയാളിലുണ്ടായിരുന്നു അപ്പൊ അടുത്ത ആളിൽ ആ സിംറ്റംസ് കാണുമെന്ന് നിർബന്ധമില്ല അപ്പൊ കോമൺ ആയിട്ട് കുറെ സിംറ്റംസ് ഉണ്ട് എങ്കിൽ പോലും ടെറിട്ടറിയും ഇൻഡിവിജ്വൽ ഡിഫറൻസും സോഷ്യൽ ഡിഫറൻസും എല്ലാം കൂടെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസം അവരുടെ ഒരു താല്പര്യം അത് ആറ്റിറ്റ്യൂഡ് മാറും ആപ്റ്റിറ്റ്യൂഡ് മാറും എല്ലാം മാറുന്നുണ്ടാവും ഇത് മാറി മാറി വരുന്നുണ്ടാവും രാവിലെ ഒരു മൂടുള്ളവരുണ്ടാവും ഉച്ച കഴിഞ്ഞ് ഒരു മൂടുള്ളവരുണ്ടാവും നമുക്കിവരെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അയ്യോ ഇത് ഇവരുടെ സമയവും ഇതൊക്കെ നോക്കി വേണമല്ലോ ഇവരോട് സംസാരിക്കാൻ എന്ന് തോന്നാറുണ്ട് അപ്പൊ ആ രീതിയിൽ ഉള്ളത് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമ്മൾ തന്നെ ഇത് നമുക്ക് ആരും പറഞ്ഞു തരില്ല അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കുക ഈ ഒരു കേസ് സ്റ്റഡി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ നന്നായി പഠിച്ചു അപ്പൊ ഇപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് വന്നിരിക്കുന്ന വ്യക്തി ഒ സി ഡി ഉള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക ഞാൻ ഈ ഒ സി ഡി ഈ വ്യക്തിയുടെ ഒ സി ഡി എല്ലാം നോക്കി ഇതെല്ലാം പഠിച്ചു എപ്പോഴും എപ്പോഴും കൈ കഴുകുന്നു മാർബത്ത് ലേഡി മാർബത്ത് കൈ കഴുകുന്നു അവരെ കൈ കഴുകുന്നുണ്ട് അപ്പൊ ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ അതിന്റെ റോഡ് കോസ് കണ്ടുപിടിച്ചു എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം അത് കഴിഞ്ഞു അടുത്ത ഒ സി ഡി കേസ് വന്നപ്പം ഈ സിംറ്റംസ് ഒന്നുമല്ല ഇവർക്കുള്ളത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സിംറ്റംസ് അപ്പം അങ്ങനെ ഉള്ള അത് നമ്മൾ പഠിച്ചെടുക്കണം ഓരോന്നും അത് നമ്മൾ തന്നെ സ്വായത്തമാക്കേണ്ടതാണ് ആരും നമുക്ക് ഒന്ന് പറഞ്ഞു തരില്ല ദെൻ ക്രോസ് എക്സാമിനേഷൻ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കുറെ ഒരാൾ ചോദിച്ചു വരുമ്പോൾ അതിനുള്ള മറുപടി പറയുന്നു അടുത്തയാൾ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുകയാണ് അവ ആ പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്താ പറയാ മൂന്ന് തരത്തിലുള്ള ഇന്റർവ്യൂ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതേപോലെ ജോൺ ബ്രിട്ടാസിനെ പോലെയൊക്കെയാണെങ്കിൽ നമ്മൾ അവസരത്തിനൊത്ത് അവസരത്തിനൊത്തല്ല നമ്മൾ ചോദിക്കുന്നത് അവരിൽ നിന്ന് വരുന്ന വേർഡ്സിൽ നിന്ന് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങളാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കുറെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു അപ്പം നമ്മൾ ഞങ്ങളെ ഉള്ളവരാണെങ്കിൽ ഞങ്ങൾ ഒബ്സർവ് ചെയ്തിരിക്കും ഒബ്സർവ് ചെയ്തിരിക്കുമ്പോൾ വാക്കുകൾ തെറ്റുമ്പോൾ കൃത്യമായിട്ട് അറിയാം അവർ എവിടെയാണ് വാക്കുകൾ തെറ്റുന്നത് വാക്കുകൾ തെറ്റുന്നത് അറിയാം അതേപോലെ തന്നെ എവിടെയാണ് വോയിസ് കൂടുന്നത് ഏത് വോയിസ് വരുമ്പോഴാണ് ഇവര് മൂഡ് ചേഞ്ച് വരുന്നത് എന്ന് നോക്കും അപ്പം ഇതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അങ്ങോട്ട് പോകുന്നത് അപ്പോഴേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ വാദി പ്രതിയായി എന്ന് പറഞ്ഞതുപോലെ ആവും നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ കാണാറുണ്ട് ആ അച്ഛനാണ് അസുഖം എന്ന് പറഞ്ഞ് മകൻ വരും ആക്ച്വലി അസുഖം മകനായിരുന്നു ആ രീതിയിലുള്ളതാവും ഒബ്സർവേഷനിൽ തന്നെ നമ്മൾ ഇത് കണ്ടെത്തേണ്ടതാണ് ഇതിൽ ആരാണ് ഞാനൊരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു ദിവസം ഒരു അച്ഛനും മോളും കൂടെ വരുവാണ് രണ്ടുപേരും കൂടെ നടന്നു വരുന്നുണ്ട് ഞാൻ ഇപ്പോഴും ആര് വന്നാലും ആദ്യമേ അകത്തുനിന്ന് കാണും ആരാ വരുന്നേ എന്നുള്ളത് ഇത് ഞാൻ അകത്തുനിന്ന് നോക്കി നോക്കി എനിക്ക് ഇനി കൂടി പിടുത്തവും കിട്ടിയില്ല അച്ഛനാണോ അസുഖം മോൾക്കാണോ അസുഖം എന്ന് വരുന്നുണ്ടെന്നുള്ളത് മാത്രമേ എനിക്ക് ഞാൻ ദൈവത്തെ വിളിച്ചതിനെ കേസാണ് ഞാൻ രണ്ടുപേരും നല്ല പ്രൊഫഷനിലുള്ള ആളാണ് ആക്സിന് മോൾ അതുപോലെ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് മോള് വന്നു പറഞ്ഞു വരുമായിരിക്കും എനിക്ക് ഇവർക്ക് അസുഖമായിട്ട് വന്നതാണോ ഇവന് നീ ഇവര് വേറെ ആരുടെയെങ്കിലും കാര്യം പറയാൻ വന്നതാണോ വന്നു ഇരുന്നു ഞാൻ എന്താ ഇപ്പൊ വരാൻ ഇവിടുത്തെ ഈ കൊച്ചിനോട് പറഞ്ഞു എനിക്ക് ഓ സി ഡി ആണെന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം ഓ സി ഡിയോ എനിക്ക് ഞാൻ ആകെ ബ്ലാങ്ക് ആയി കൊച്ചു ഓ സി ഡി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബ്ലാങ്ക് ആയി ഓ സി ഡിയോ നമുക്കത് കാണിക്കാൻ പറ്റില്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വന്നിട്ട് എനിക്ക് ഓ സി ഡി ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ട് ഞാൻ നോക്കുമ്പോളെ ഒ സിയുടെ സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ അറിയാമെന്ന് ഞാൻ പഠിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് കുട്ടി എനിക്ക് സിംറ്റംസ് ആയിട്ട് പറഞ്ഞു തന്നത് ഒട്ടും നില ഇങ്ങോട്ട് പറഞ്ഞു തന്നു ഇതൊക്കെ ഏതൊക്കെ സിംറ്റംസ് ഉണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ കൈകൾ കൊണ്ട് ആക്ഷൻ കാണിക്കും ഇങ്ങനെ കുറെ സിംറ്റംസ് ഞാൻ വിചാരിച്ചു ദൈവമേ ആണെങ്കിൽ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പറയാൻ പറ്റില്ലല്ലോ കാരണം ദേഷ്യം വരുമ്പോൾ അടുക്കളയിൽ ഇരിക്കുന്ന ചെട്ടിയോടും കളത്തിനോടും വഴിയ പോകുന്നവരോടും ഇനി പക്ഷികളോടും ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇത് ഒറ്റയ്ക്ക് തന്നെയാണ് സംസാരിക്കുന്നത് ചിലപ്പോൾ ഒറ്റയ്ക്ക് എന്നത് ആലോചിച്ചിട്ട് ചിരിച്ചെന്ന് വരും ഇതൊക്കെയാണ് ഈ കുട്ടി എന്നോട് സിംറ്റംസ് ആയിട്ട് പറഞ്ഞത് ഞാൻ ഇപ്പോഴേതായാലും വന്നല്ലോ മോള് എങ്ങനെ പഠിത്തത്തിൽ എങ്ങനെ പഠിത്തത്തിൽ ആ കുട്ടിക്ക് ഫസ്റ്റ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴേ അപ്പൊ കൊച്ചിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ എനിക്കിട്ട് തിരിച്ചു കിട്ടുകയാണ് ഏത് അത് വേറെ കാര്യം എന്നാൽ അപ്പൊ അവള് കലാതിലകമോ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പാണ് ഇങ്ങനെയൊക്കെയാണ് രണ്ടു വർഷമായിട്ട് മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുമായി കേൾക്കണം അമ്മയില്ല അച്ഛൻ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ മോളിലൊരു പെൺകുട്ടി വഴി ഉണ്ട് ചേച്ചി അവൾക്ക് യാതൊരു കുഴപ്പമില്ല അവൾ ഹോസ്പിറ്റലിൽ നിന്ന് പഠിക്കാന്ന് പറഞ്ഞു നിങ്ങളുടെ ടൈമും എന്റെ ടൈമും അല്ലേ തീരും കേട്ടോ പേടിക്കണ്ട കേട്ടോ എന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചത് ഇവിടെ ഇവിടെ എന്നിട്ട് ഞാൻ ഒന്നും വേണ്ടിയില്ല ഞാൻ ഇതെല്ലാം കേട്ടു അപ്പൊ ഞാൻ മോളെ ഈ ഗുളിയെ കഴിക്കാതിരുന്നാലും എന്താ അവസ്ഥ അത് എനിക്ക് അപ്പൊ അസുഖം കൂടുന്നു അങ്ങനെ കൗൺസിലിംഗ് കൊടുത്തു ഞാൻ പറഞ്ഞു മോളെ കാര്യം ചെയ്യും നാളെ മുതൽ മരുന്ന് കഴിക്കണം നമുക്കത് ഈ സാവകാശം ഹോമിയോ മരുന്നിലേക്ക് മാറ്റാം കുറച്ചൊന്ന് കഴിക്കാതിരുന്ന് നോക്ക് നാളെ സാറ്റർഡേ മറ്റന്നാൾ സൺഡേ രണ്ടു ദിവസം കഴിക്കാതിരുന്നാൽ എന്ത് വരും നോക്കാന്ന് പറഞ്ഞു സ്ഥലം കുറച്ച് സമ്മതിച്ചു ഞാൻ മരുന്ന് കഴിക്കുന്നില്ല അപ്പൊ ഞാൻ മരുന്നിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു കുട്ടിക്ക് അസുഖമില്ല എന്നുള്ളത് എനിക്ക് കണ്ടതേ മനസ്സിലായി അതുകൊണ്ടാണ് കേട്ടോ സൈഡ് എഫക്ട് രണ്ട് വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് മരുന്ന് കഴിക്കാതിരുന്നാൽ സൈഡ് എഫക്ട്സ് വരുമെന്നുള്ളത് എനിക്കറിയാം അതിന്റെ ഒരു ഇത് വരുമെന്നുള്ളത് എന്നാലും ഞാൻ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കേണ്ടാവും കുറച്ച് രണ്ടു ദിവസം കഴിച്ചില്ല തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ നേരത്തെ ഭയങ്കര ബഹളം ഭയങ്കര കരച്ചിലെ ബഹളം എനിക്ക് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അസുഖം വരും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകും ആകെ പഠനങ്ങളും അപ്പൊ അവരെന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു മോളെ ഇന്ന സ്കൂളിലല്ലേ ഞാൻ ടീച്ചേഴ്സിനെ വിളിച്ച് പറഞ്ഞേക്കാം കൊച്ചു ടീച്ചേഴ്സ് പുള്ളിന് ഒരു കുഴപ്പമില്ല വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര പേടിയായി ആകെപ്പാടെ എന്തായിരുന്നു റീസൺ എന്നുള്ളത് അറിയേണ്ട അതിന്റെ റൂട്ട് കോഴ്സ് കൂടെ ഇവളെ അമ്മ പരിഗണിക്കുന്നില്ലായിരുന്നു അമ്മയുടെ ഒരു പരിഗണന ഇവൾ ആഗ്രഹിച്ച പോലെ കിട്ടിയില്ല അത് ഇവിടുത്തെ ചെറുപ്പത്തിലും കിട്ടിയിട്ടില്ല അന്ന് ഇവര് നേവി മറ്റോ ആയിരുന്നു ഹസ്ബൻഡ് എറണാകുളത്തായിരുന്നു അമ്മ ആ സമയത്ത് പി സി കോച്ചിങ്ങിന് പോയിരിക്കുകയായിരുന്നു ഇവളെ എന്താ പറയാ ക്രഷില് കൊടുത്തിട്ട് പോകുമായിരുന്നു അപ്പൊ അതിന്റെ ഒരു ആ ഒരു നോട്ടക്കുറവ് ഇപ്പോഴും അവൾക്ക് തോന്നുന്ന അവളോട് സ്നേഹമില്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറെ വാക്കുകളുണ്ട് മക്കളെ അല്ലെ നമുക്ക് ഒരുപാട് വാക്കുകളുണ്ട് നമുക്ക് നന്നായിട്ട് കുറെ വാക്കുകൾ ഉപയോഗിക്കാം നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാം പക്ഷെ ഈ കുട്ടികളോട് സംസാരിക്കുന്ന മോളെ തന്നെ ചക്ര ഞാൻ അമ്മയ്ക്കാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത് കുട്ടിയോട് ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കണം എങ്ങനെയൊക്കെ അവരോട് പെരുമാറണം ഒരു രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ചക്രേ ഗുഡ് മോർണിംഗ് അവരെന്തോ പറഞ്ഞോട്ടെ നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഡ്യൂട്ടി നമുക്ക് ചെയ്യാം പിന്നെ ഒരു ഉമ്മ കൊടുക്കാം ഞാനൊക്കെ മോനൊക്കെ പോകുമ്പോ എപ്പോഴും ഒരു ഉമ്മ കൊടുത്തു വിടും എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന പോലെയാണോ തിരിച്ചു വരുമ്പോഴും ഉമ്മ കൊടുക്കുമ്പോ അതേ സ്മെല് തന്നെയാണോ എന്നറിയണ്ടേ ഇവിടെ സ്ഥലത്ത് വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ ഇതൊക്കെ അറിയണ്ടേ അങ്ങനെ അങ്ങനെയും അങ്ങനെയും ഒരു കോൺഷ്യസ് ഉണ്ടതില് എന്നാലും നമുക്ക് അവരോട് കുറേ വാക്കുകളുണ്ട് ആ വാക്കുകളൊക്കെ തന്നെയാണ് ഞാൻ ക്ലാസ്സിലും ഉപയോഗിക്കാറ് ഇപ്പൊ നിങ്ങൾ അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ അവരോട് പെരുമാറാൻ ഇവിടെ ക്രോസ് എക്സാമിനേഷൻ പറഞ്ഞത് ഇത് ക്രോസ് എക്സാമിനേഷൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ ഈ എക്സാമ്പിൾ പറഞ്ഞത് അപ്പൊ ക്രോസ് എക്സാമിനേഷൻ വരുമ്പോൾ ഇവര് പറയുന്നതിനനുസരിച്ച് ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനനുസരിച്ച് നമ്മൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം അങ്ങനെ ചോദിച്ചാൽ മാത്രമേ നമുക്ക് അവരിൽ നിന്ന് എങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്ത് കിട്ടുകയുള്ളൂ അവരുടെ ആൻസറും ആ ആൻസറിന്റെ പ്രോപ്പർ ആണോ എന്നുള്ളത് കിട്ടുകയുള്ളൂ കേട്ടോ ഫീൽഡ് എക്സ്പെരിമെന്റ് ഞാൻ പറഞ്ഞിരുന്നു ഫീൽഡ് എക്സ്പെരിമെന്റ് പറഞ്ഞപ്പം അത് ഫീൽഡ് എക്സ്പെരിമെന്റിന് ക്വാസി എക്സ്പെരിമെന്റ് ഡിസൈൻ എന്നൊരു പേര് കൂടിയുണ്ട് quasi Q A S I quasi experimental design എന്നൊരു പേര് കൂടിയുണ്ട് സാധാരണ ക്വാസി വേറെ അങ്ങനെ ഉള്ളതെന്ന് തോന്നുന്നു നിങ്ങളുടെ എന്നാൽ ഞാൻ പറഞ്ഞു പോവാണ് ഫീൽഡ് എക്സ്പെരിമെന്റിന് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്നൊരു പേര് കൂടിയുണ്ട് ഫീൽഡ് എക്സ്പെരിമെന്റ് എവിടെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ലൈഫ് സിറ്റുവേഷനിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ക്വാസി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം അല്ലെങ്കിൽ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം അപ്പൊ നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിക്കുക അതിന് എന്തെന്ന് കൂടി പറയുന്നുണ്ട് ഫീൽഡ് എക്സ്പെരിമെന്റ് ലൈഫ് ആയിട്ടുള്ള അതേ സിറ്റുവേഷനിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ലൈഫ് ഓറിയന്റഡ് സിറ്റുവേഷനിൽ നിർത്തിക്കൊണ്ടാണ് ഒരു വ്യക്തിയെ ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റിയിട്ടല്ല അതേ സാഹചര്യത്തിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് അതായത് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത് സ്കൂൾ കുട്ടികളിൽ അവരെ അതേ ക്ലാസ് റൂമിൽ ഇരുത്തിയിട്ടാണെങ്കിൽ ഇനി അഡൽട്ട്ഹുഡിലേക്ക് വരികയാണെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് വരികയാണെങ്കിൽ നമുക്കറിയാം അവിടെയുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല അത് കോൺഫൗണ്ടഡ് ആയിട്ട് ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽപ്പുണ്ട് എന്നാൽ നമുക്കതിനെ മാറ്റാൻ പറ്റില്ല അപ്പൊ ആ എൻവയൺമെന്റിൽ നിർത്തിക്കൊണ്ട് ഇവരെ എങ്ങനെ മാറ്റിയെടുക്കാം അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ റിസർച്ച് ചെയ്യാണ് ഈ സിറ്റുവേഷനിൽ ഈ ഫാമിലി അഡ്ജസ്റ്റ്മെന്റ് ഇവരെ എങ്ങനെ നമുക്ക് നിർത്തിക്കൊണ്ട് പോകാമെന്നുള്ളത് അപ്പൊ അതിന് ക്വാസി എക്സ്പെരിമെന്റ് എന്നോടെ പറയുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് ബുക്കിലെയാണ് ഞാൻ ഒന്നും രണ്ടും ബുക്കിലെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഒന്ന് ഇല്ലുസ്ട്രേറ്റീവ് കേസ് സ്റ്റഡീസ് ടെക്സ്റ്റില് നമ്മളത് കീറി മുറിച്ചെടുക്കുകയാണ് ഒരു പ്രോബ്ലത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടി ഇല്ലുസ്ട്രേറ്റീവ് കേസ് സ്റ്റഡീസ് അൺഫെമിലിയർ ആയിട്ടുള്ളതിനെ നമ്മൾ ഫെമിലിയർ ആക്കണം നമുക്ക് ഒരു ഇല്ലാത്ത ഒരു കേസാണ് നമ്മുടെ കയ്യിൽ വന്ന് നോക്കുക ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരു ഇല്ലുസ്ട്രേറ്റീവ് ആണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഇപ്പം എന്റെ എന്റെ ഒരു സിറ്റുവേഷനില് എനിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എക്സാമ്പിള് ഒരു ദിവസം ഈവനിങ്ങിൽ രണ്ട് കുട്ടികൾ വന്നു പേരും മാരീഡാണ് അതിലൊരു കുട്ടി നേരത്തെ എൻ്റെ അടുത്ത് നിന്ന് കൗൺസിലിംഗ് കഴിഞ്ഞു പോയതാണ് അവളാണ് അടുത്ത കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പൊ ഈ കൊച്ചിനെ കൊണ്ട് വന്നു ഈ കുട്ടി പാലക്കാട് സിറ്റിയിലുള്ളതാണ് റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് പ്രശ്നമില്ല എനിവേ പാലക്കാട് സിറ്റിയിലാണ് അവൾ താമസിക്കുന്നത് അവളുടെ വീട് ഞങ്ങളുടെ അടുത്ത് അടുത്ത പ്രദേശത്ത് ആയിട്ടുള്ളതാണ് ഇവിടെ കല്യാണം കഴിച്ചു കൂട്ടിയിട്ട് ഒരു വർഷത്തോളമായി ഇവിടെ അവിടെ താമസിക്കുന്നു ഇപ്പൊ ഇവിടെ കൗൺസിലിംഗ് വന്നിട്ട് പറഞ്ഞത് ഇവിടെ വരാൻ കാരണം ഒരു മാസമായിട്ട് ഇവളുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ് കാരണം ഇവളുടെ അച്ഛൻ മരിച്ചു അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ അച്ഛൻ മരിച്ച ആ ഒരു മാസത്തേക്ക് വേണ്ടി വന്ന് നിൽക്കുകയാണ് ഇപ്പൊ ചെന്നിട്ട് കൗൺസിലിംഗ് വന്നിട്ട് ഇവിടെ ഇരുന്ന് പറയാൻ തുടങ്ങി എൻ്റെ ഹസ്ബൻഡ് വല്ലാതെ കുടിക്കും വല്ലാതെ വഹിക്കും ഈ നാവിനടിയിൽ വെക്കുന്ന സാധനം വെക്കും ഇതൊക്കെയാണ് ഇവളുടെ പരാതികൾ ഞാൻ ഇതെല്ലാം കേട്ടു ഞാൻ ഒരു എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് അനുഭവമാണത് ഇതൊക്കെ കേട്ടു അപ്പൊ ഞാൻ കൊച്ചിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു മോളെ കൊച്ചി ഇത് പറയാൻ വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോൾ ഇതല്ല എന്നോട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മോള് പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയും അപ്പോൾ അവർക്കൊരു മടി കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നീ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ നീ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിനക്ക് ഈ പ്രോബ്ലം വരണമെങ്കിൽ മറ്റെന്തോ ഉണ്ട് നീ അത് പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവളുടെ ഭാവമൊക്കെ മാറി ഇവള് പറഞ്ഞു എനിക്കൊരു പ്രോബ്ലം ഉണ്ടായി ഇന്നലെ എന്താന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഇവള് കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഒരു വർഷമായിട്ട് ഒറ്റ വർഷമായിട്ടുള്ളൂ അതിന് മുമ്പ് ഇവൾക്ക് ഇവിടെ ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് ഒൻപതാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ളതാണ് അതിന് ചെന്നുകൊണ്ട് കല്യാണം കഴിച്ചില്ല അപ്പൊ പറഞ്ഞു അവന് അവന്റെ പെങ്ങളെ കെട്ടിച്ചു വിട്ടിട്ട് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒത്തിരി വൈകി ഉണ്ടായ കുട്ടിയാണ് അപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രായമായി അപ്പൊ എന്നോട് പറഞ്ഞു നീ വേറെ കല്യാണം കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോയി ഈ കല്യാണം കഴിച്ച വ്യക്തി നല്ല ജോബുള്ള വ്യക്തിയാണ് അറിയപ്പെടുന്ന വ്യക്തി ഇപ്പൊ നിനക്ക് എന്ത് പ്രോബ്ലം ഉണ്ടായി പറയാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇവനെ കാണാറുണ്ട് എങ്ങനെ കാണുന്നു വലിയ പോകുന്നത് കാണുന്നതാണോ പിന്നെ അങ്ങനെ കാണുന്നു വീട്ടിൽ എങ്ങനെ വീട്ടിൽ വരും അമ്മ കാണാറില്ല അപ്പൊ പറഞ്ഞത് അമ്മയ്ക്ക് കണ്ണ് കാണത്തില്ല ശരിയാക്കാവോന്ന് ചോദിച്ചു ഓക്കെ അപ്പം ഒരു അമ്മ നേരത്തെ ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങും പ്രായമായാണ് ഇവിടെ ഡോറ് തുറന്നു വെക്കും ഒരു പതിനൊന്നിയാകുമ്പോൾ ഇവൻ വന്ന് കയറും നേരെ മുകളിലത്തെ നിലയിലേക്ക് വരും അമ്മ താഴത്തെ ഇവൻ തന്നെ വാലക്കട മുകളിൽ എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി എന്ന് പറയാൻ പറഞ്ഞു ഇന്നലെ അവന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഞങ്ങൾ പറ്റിയത് ബർത്ത്ഡേ ആഘോഷിച്ചു എന്ന് ദിവം കിടന്നുറങ്ങി ഇവൾ ഇവന്റെ മൊബൈലും കൊണ്ടിരുന്നു അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് ഇതേപോലെ കുറെ പേരുണ്ട് ഇവന് കുറെ വീഡിയോസും ഉണ്ട് അതിന് ഇവന്റെ കയ്യിൽ ഒരു ദിവസം ഹസ്ബൻഡ് വരും ഹസ്ബൻഡ് വരുവാണെങ്കിൽ എട്ട് മണിയാകുമ്പോഴത്തേക്കും വരും ഹസ്ബൻഡ് വന്നില്ലെങ്കിൽ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും പറയുന്ന മുഴുവൻ കേട്ടു കേട്ടോ ഇത് എന്താണ് ഇത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ അതാണല്ലോ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു തരത്തിലും ഇതിന് എന്ത് മറുപടി പറയണമെന്ന് അന്നറിയില്ലായിരുന്നു ദൈവമേ ഒരേ സമയത്ത് രണ്ടുപേരും ഒരു രാത്രി ഒരു ഹസ്ബൻഡ് വിട്ട രാത്രി കാമുകൻ ഞാൻ എന്റെ ദൈവത്തിനോട് പറഞ്ഞു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മോളെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി ഇനി അതേ ഓർത്ത് ടെൻഷൻ ആവേണ്ട സമയം സന്ധ്യയായി കൊച്ചു വീട്ടിൽ പോ നാളെ വാകട്ടോ എന്ന് പറഞ്ഞു ഈ നാളെ വാകട്ടോ എന്ന് പറയുമ്പം എനിക്ക് എന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് ആ കൊച്ചായിരിക്കുന്ന പോലെ ആ കൊച്ചിനെ കാണുമെന്ന് പണ്ട് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലുണ്ട് പക്ഷെ ഇതെന്തൊരു വലിയ തെറ്റായി കുട്ടി ചെയ്യുന്നത് ഇതുകൊണ്ട് അങ്ങനെ ഇതിന് എന്തും കൂടി എന്റെ മനസ്സിൽ ഇതാവുന്നപ്പോ ഞാൻ ഈ കൊച്ചിനെ വിട്ടു പിറ്റേ ദിവസത്തേക്കുള്ളത് അവിടെ ഞാൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാണ് ഇനി ഇതിനെ കീറി മുറിച്ച് ഞാൻ പഠിക്കണം എന്തുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെയായി ഇവളുടെ ഇതെന്താ മനസ്സിലായാലും ഇല്ലുസ്ട്രേറ്റ് അതിന്റെ ബാക്കി കേൾക്കണ്ട നിങ്ങള് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ കീറി മുറിച്ച് പഠിക്കുകയാണ് എന്നിട്ട് വേണം എനിക്ക് നാളെ ഈ കൊച്ചിന് നെഗറ്റീവ് മറുപടി കൊടുക്കാൻ പറ്റില്ല നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ കുറ്റബോധത്തോടെ ഇട്ടേക്കുകയാണ് അപ്പൊ നെഗറ്റീവ് മറുപടി എനിക്ക് കൊടുക്കാനും പറ്റില്ല ആസ് എ കൗൺസിലർ എന്ന നിലയിൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ പക്ഷെ ഞാൻ ഈ കൊച്ചിന് എന്ത് കൊടുക്കണം പോസിറ്റീവ് ആൻസർ തന്നെ കൊടുക്കണം അപ്പൊ ഇതിന് ഇതിനുള്ള പോസിറ്റീവ് ആൻസർ ഞാൻ കണ്ടെത്തിയേ പറ്റും അപ്പൊ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഞാൻ ആ ഒരു പ്രോബ്ലത്തെ കീറി മുറിച്ച് അവളുടെ മാനസികാവസ്ഥയും അവളുടെ അവസ്ഥയും എന്തുകൊണ്ട് ഇവളിങ്ങനെയായി എന്ന് പഠിച്ച് അവൾക്കൊരു പോസിറ്റീവ് ആൻസർ കൊടുക്കും ദെൻ രണ്ടാമത്തത് exploratory or pilot pilot case studies ആണ് ഒരു പ്രോബ്ലം ഒരു പ്രത്യേക ഏരിയയിലെ പ്രോബ്ലം എന്റെ കയ്യിൽ കിട്ടിയെന്ന് ഉദാഹരണം പറയാതെ ഒരു പർട്ടിക്കുലർ ഏരിയ അവിടെ കുറേ ഒരു എൻ്റെ വീടിന് തൊട്ടടുത്ത് ഒരു വലിയൊരു കോളനി ഉണ്ട് ആ കോളനിയിലെ ആൺകുട്ടികൾക്ക് എല്ലാം തന്നെ ഒരു സന്ധ്യ ആയി കഴിയുമ്പോൾ അവരൊരു പർട്ടിക്കുലർ ഏരിയയിൽ വന്നിട്ടുണ്ട് ഇരുന്ന് അവരത് ആഘോഷിക്കുന്നു വളരെ കാരണം അവർക്ക് കിട്ടുന്ന ആ വരുമാനത്തിന്റെ പകുതിയിൽ കൂടുതലും ഇവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും പിന്നെ ഈ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും ഒക്കെ ചെലവഴിക്കുന്നു ഇതിന് ഈ ഒരു സ്റ്റഡീസിലേക്ക് എനിക്ക് ഇറങ്ങിച്ചെല്ലണം ഇറങ്ങിച്ചെല്ലണം തന്നെ കിട്ടുന്ന പണിയാണ് അപ്പൊ എനിക്ക് ഇറങ്ങിച്ചെന്നേ പറ്റൂ കാരണം അവരുടെ പേരൻസ് ഒക്കെ എന്റെ അടുത്ത് കംപ്ലൈന്റ് പറയുന്നുണ്ട് ഒന്ന് വന്നിട്ട് ഈ കുട്ടികളെ ഒന്ന് ശരിയാക്കി തരുമെന്ന് അപ്പൊ ഈ ഒരു ലാർജ് ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ ആയി എന്ന് ഞാനൊരു പൈലറ്റ് സ്റ്റഡി നടത്തുകയാണ് വെറുതെ ഇവരിലേക്ക് ചെന്നില്ല ഞാൻ അതിനു മുമ്പ് ഞാൻ വെറുതെ കാഴ്ചതായിട്ട് വഴിയെ നടക്കുകയാണ് ഈവനിങ് വാക്കിന് പോവാണ് അപ്പൊ അവരുടെ വീടിരിക്കുന്നിടത്തോടെ പോകും അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇവരുടെ ഓരോരുത്തരുടെയും വീടുകളിൽ കയറുന്നുകൊണ്ട് ഇവരുടെ വീട്ടിലെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് നടക്കാൻ പോവാണ് എല്ലാ ദിവസവും വൈകുന്നേരം നടക്കാൻ പോവാണ് എന്നിട്ട് ഞാൻ അത് മുഴുവനും നടന്ന് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ അവരുടെ സിറ്റുവേഷൻസ് പഠിച്ച് ഓരോരുത്തരെ കുറിച്ചും പഠിച്ച് കാരണം എനിക്ക് ഇവരോട് പറയണമെങ്കിൽ എന്നിട്ടേ എനിക്ക് കുട്ടികളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അവിടെ പല സ്റ്റഡീസ് വരുന്നുണ്ട് cumulative case studies cumulative case സ്റ്റഡീസിൽ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ചോദിച്ച ആൾക്കാരാന്ന് നിങ്ങൾ മനസ്സിലായാലും ചോദിച്ചാൽ കിട്ടുന്നുണ്ട് ഓക്കെ ക്യുമുലേറ്റീവ് സ്റ്റഡീസിൽ അതും കുറെ ഒന്നുകിൽ കുറെ കുട്ടി കുറെ കേസ് സ്റ്റഡീസ് ഉണ്ടാവാം അല്ലെങ്കിൽ കുറച്ചുണ്ടാവാം ഇവിടെ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞിരുന്നു അമ്മ ഇങ്ങനെ ആ ഒരു തുണയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പം കുട്ടി അങ്ങനെ തന്നെ ആയി എന്നുള്ളത് മനസ്സിലായിരുന്നു അപ്പം കേട്ടായിരുന്നു അത് മറുപടിയില്ല ഓക്കെ എനിവേ അത് കേട്ടായിരുന്നു അല്ലേ പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ അമ്മയ്ക്കുണ്ടായിരുന്നത് ഇനി അതിനൊക്കെ ഉദാഹരണങ്ങൾ വളരെ കൃത്യമായിട്ട് യെസ് പത്മവ്യൂഹം ഭേദിച്ച് ആരാ കിടന്നത് അഭിമന്യു കിടന്നു അങ്ങോട്ട് കേറാൻ മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ പുറത്തോട്ട് ഇറങ്ങാൻ അറിയത്തില്ലായിരുന്നു എന്തുകൊണ്ടാ അമ്മ സുഭദ്ര പ്രഗ്നൻസി ടൈമില് അക്രം അതിനകത്ത് കേറുന്നത് വരെ കേട്ടുള്ളൂ അത് കഴിഞ്ഞ് ഉറങ്ങിപ്പോയായിരുന്നു അറിയില്ല ഇതൊക്കെ മിണ്ടാതിരിക്കാം ഓക്കെ അങ്ങനെ അപ്പൊ നമ്മൾ അതിന്റെ റൂട്ട് കോസ് അന്വേഷിച്ച് ഓക്കെ ഓക്കെ റൂട്ട് കോസ് അന്വേഷിച്ച് അന്വേഷിച്ച് അങ്ങ് ചെല്ലുകയാണ് അപ്പൊ നമ്മൾ എവിടം വരെ പോണം ഉണ്ടായപ്പോ മുതലല്ല പ്രഗ്നന്റ് അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രഗ്നന്റ് ലേഡികളെ ഒരിക്കലും ടോർച്ചർ ചെയ്യാതെ അവരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടണം എന്നൊക്കെ പറയണത് The next one is a uh, critical incident case studies. നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ചലഞ്ചബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ടുള്ളതും യൂണിവേഴ്സൽ ആയിട്ടുള്ളതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഒരു കോസ് എഫക്ട് ഉണ്ടാവും അപ്പം അതിനെന്താ ഉദാഹരണം പറയാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം കുട്ടികൾ എന്റെ മോനെ ഇനി എന്റെ മോനെ തന്നെ പറയാം വളർന്നു വരുന്ന ഇവിടെ ഇല്ലേ അതെല്ലാം പറയാലോ വളർന്നു വരുന്ന ഒരു ഒമ്പതാം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ ഫാൻസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് പറയും അമ്മ ഇതൊന്ന് ഊരാൻ പറയും അറിയാലോ നിങ്ങൾക്ക് പിന്നെ മുടിയൊക്കെ സ്പൈക്ക് ആയിട്ട് നോക്കുന്നു അപ്പം അവര് ചില അതിനെയൊക്കെ എതിർക്കുന്ന ഒരു ഏജ് അവരുടെ ഒരു ഏജ് ഉണ്ടായിരുന്നു ആ ഏജ് ആ അങ്ങനെയുള്ള പർട്ടിക്കുലർ ആയിട്ട് വരുന്നതില് നമ്മൾ കുറെ യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നെഗറ്റീവ്സം കാണിക്കുന്നവര് നമുക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ്സും അങ്ങനെയുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള കേസ് സ്റ്റഡീസിൽ നെഗറ്റീവ്സ് കൊണ്ട് കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികൾ എല്ലാം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിലാണ് തുടങ്ങുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ലേ നമ്മൾ പറയാറ് അവരെല്ലാം ആ ക്വസ്റ്റ്യൻസിലാണ് വരുന്നത് എന്ത് ചെയ്യണം എന്തുകൊണ്ട് ആ ഇപ്പൊ ഞാനത് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം രണ്ടു ദിവസം മിച്ചം അടിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം ഒരാഴ്ച തുണി കഴുകിയില്ലെങ്കിൽ എന്താ കുഴപ്പം അങ്ങനെ ഒരു നൂറ് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം ചെയ്തില്ലേ കുഴപ്പമില്ലായിരിക്കാം എങ്കിൽ പോലും അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ അത് പഴയ കാരണമാര് വീട്ടിലുള്ളവരാണെങ്കിൽ പറയും വീട്ടിൽ ഐശ്വര്യം വരണമെന്നുണ്ടെങ്കിൽ ആ ഈ രീതിയിലൊക്കെ വേണമെന്ന് പറയും പക്ഷെ ഇന്നത്തെ കുട്ടികൾ പറയും അതൊന്നും വേണ്ട എല്ലാത്തിനെയും ഒരു ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള കേസ് സ്റ്റഡീസ് പല ടൈപ്പ് കേസ് സ്റ്റഡീസ് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് പ്രോജക്റ്റീവ് ടെക്നിക്സ് ഒക്കെ ഒന്ന് നോക്കണേ റിസർച്ച് വരുന്നതിന് നിങ്ങൾ ബാക്കി സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷമാണ് സാധാരണ റിസർച്ച് പഠിക്കാനിരിക്കുക ആദ്യം സൈക്കോളജി എന്താണെന്ന് അറിയണം ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളൊരു ബോധം വേണം ദെൻ പ്രോജക്റ്റ് ടെക്നിക്സ് അറിയണം ഡിഫൻസ് മെക്കാനിസംസ് അറിയണം ദെൻ സിഗ്മൺ ഫോയിഡിനെ അറിയണം സിഗ്മൺ ഫോയിഡിന്റെ ഏത് ഈഗോയും സൂപ്പർ ഈഗോയും ഒക്കെ അറിയണം മനുഷ്യനെ അല്ലാതെ നമ്മളിങ്ങനെ നേരെ ഇത് റിസർച്ച് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ബാക്കി റിസർച്ച് ഒക്കെ ഓക്കെ പക്ഷെ സൈക്കോളജിയുടെ റിസർച്ച് അറിയണമെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിലാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കണം കേട്ടോ മറക്കരുത് അപ്പൊ എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് നോക്കിക്കൊള്ളുക ഓരോന്നും ഓരോന്നും എടുത്ത് കീറി മുറിച്ച് പഠിച്ചാലും മറന്നു പോകും പിന്നെ അസൈൻമെന്റ് എഴുതുമ്പോ എന്നോട് ഏതാ എന്തൊക്കെയോ പറയണോന്ന് പറഞ്ഞിരുന്നു ഞാൻ മറന്നു ഞാൻ എല്ലാ ദിവസവും പറയും പക്ഷെ ഒന്ന് പറയണേ പറയണേ അസൈൻമെന്റ് എഴുതുമ്പോ പതിനഞ്ച് മാർക്കിന്റെ ഉണ്ട് ഹലോ മാം ആ മാക്സിമം എഴുതുക കേട്ടോ പതിനഞ്ച് മാർക്കിനെ ഞങ്ങളത് ഇനി ഇങ്ങനെ വിചാരിക്കരുത് ഞങ്ങൾ ഇത്രയും കുട്ടികളുണ്ടല്ലോ നോക്കുകയല്ലോ എന്നൊന്നും അത് കൃത്യമായിട്ട് നോക്കും കേട്ടോ ഞാനത് ഇങ്ങോട്ട് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇരുന്ന് നോക്കും സമയം പോലെ അല്ലെങ്കിൽ അവിടെയാണെങ്കിൽ രാത്രിയിൽ ഞങ്ങൾ ഇരുന്ന് ഒരുമിച്ചിരുന്നായിരിക്കും നോക്കുന്നത് അപ്പൊ പറ്റിക്കുന്ന പരിപാടി ഒന്നും അതിനകത്ത് ചെയ്തു വെക്കരുത് പിന്നെ എല്ലാവരും ഓരോ സ്ഥലത്തിരുന്നാണ് എഴുതുന്നത് അപ്പൊ ഒരേപോലെ വരില്ല ഒരേപോലെ ഫോട്ടോസ്റ്റേറ്റ് പോലെ വന്നു കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റി വെക്കും മൂന്ന് ആ അതറിയാലോ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു ഒന്നര പേജൊക്കെ എഴുതാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് എഴുതിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ അവസാനം ബാക്കി ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്കാൻഡ് കോപ്പി കയ്യിൽ വെച്ചേക്കുക മനസ്സിലായില്ലേ ഓക്കെ നന്നായിട്ട് എഴുതാം ഇന്നലെ ആരോ എന്നോട് ചോദിച്ചിരുന്നു അനോബയൊക്കെ ചെയ്യുമ്പോഴും ആ എട്ട് സ്റ്റെപ്പ് നമുക്ക് എന്താ പറയാ വിശദീകരിച്ച് എഴുതാൻ പറ്റും സ്റ്റെപ്പിന് എക്സാമ്പിൾ വെച്ച് സ്റ്റെപ്പ് എഴുതാൻ പറ്റും ഒരു എക്സാമ്പിൾ വെച്ച് സ്റ്റെപ്പ് എഴുതാൻ പറ്റും എക്സ്പ്ലെയിൻ അനോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എട്ട് സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും അനോവ എന്താണെന്ന് എഴുതണം അത് കഴിഞ്ഞിട്ട് ബാക്കി സ്റ്റെപ്പുകൾ എഴുതണം ആ രീതിയിൽ എഴുതണം ഓരോന്നും ഇത് ഹലോ മാം പതിനഞ്ച് മാർക്കിന്റെ അര പേജ് കൊണ്ട് എഴുതി നിർത്തരുത് വൃത്തിയായിട്ട് എഴുതണം നോക്കും കേട്ടോ എങ്ങനെയാണെങ്കിലും ഓരോരുത്തരും ഓരോരുത്തരായിട്ടാണ് നോക്കുന്നത് എല്ലാം നോക്കുന്നുണ്ടാവും നോക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹലോ എഴുതുമ്പോ നമ്മൾ ഈ റെഫറൻസും കൂടെ വെക്കണം എന്ന് കമ്പൽസറി ആണോ മാം റെഫറൻസസ് എല്ലാം കമ്പൽസറി ആയിട്ട് പറയുന്നില്ല റെഫറൻസ് വെച്ചാൽ വെച്ചില്ല ഇല്ല പക്ഷെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കറക്റ്റ് ആയിരിക്കണം പിന്നെ കഴിവതും ഓർഡറിൽ എഴുതാൻ നോക്കണം കേട്ടോ കാരണം ആദ്യത്തെ മൂന്ന് പതിനഞ്ച് മാർക്കിന്റെ ആണ് ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് പേരുടെ ഉണ്ടല്ലോ നോക്കാൻ അപ്പൊ ആ പതിനഞ്ച് മാർക്ക് ഞങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോകാനും എളുപ്പമുണ്ട് പിന്നത്തെ അഞ്ചെണ്ണം അഞ്ച് മാർക്കിന്റെ ആണ് പിന്നത്തെ പത്തെണ്ണം മൂന്ന് മാർക്കിന്റെ ആണ് ആ ഓർഡറിൽ അങ്ങ് വെച്ചിട്ടാണെങ്കിൽ പേജ് നമ്പർ ഇടുക മറിച്ച് നോക്കാതിരിക്കുക പിന്നെ ഞങ്ങൾ മാർക്ക് ഇടാൻ സ്പേസ് വിടുക അത് ചോദിച്ചെന്താന്ന് വെച്ചാൽ ഇപ്പൊ വേറെ ബുക്കൊന്നും റെഫറൻസിന് കിട്ടാത്തോണ്ടേ ഓരോ ആൻസർ ചിലപ്പോ ഗൂഗിളിലും അവിടെ ഒക്കെ പോയി സെർച്ച് ചെയ്തിട്ടായിരിക്കും എടുക്കണേ അപ്പൊ അത് റെഫറൻസ് വെക്കണ കാര്യം അതാണ് ഞാൻ ചോദിച്ചത് കമ്പൽസറി ആണോ എന്ന് അങ്ങനെയാണെങ്കിൽ നെറ്റിന് എടുത്താണെന്ന് ബാക്കി എഴുതി വെച്ചാൽ മതി നമുക്ക് അറിയാലോ ഗൂഗിളിലാണ് net search okay Google search എന്ന് എഴുതിയാൽ മതി അല്ലേ മതി മതി താങ്ക് യു അപ്പൊ അത് കൃത്യമായിട്ട് വെക്കണം പിന്നെ ഞങ്ങൾക്ക് വായിക്കാൻ ആ ശാന്തി പറയൂ ശാന്തി പറയൂ ആ മാം ഇത് എക്സ്പാക്ടോ സോറി ഫീൽഡ് എക്സ്പെരിമെന്റും ക്വാസി എക്സ്പെരിമെന്റും സെയിം ആണോ ഫീൽഡ് എക്സ്പെരിമെന്റും ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈനും ആ രണ്ടിനും ഒരേ പേരാണ് പറയുന്നത് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഞാൻ ക്വാസി എക്സ്പെരിമെന്റ് അടുത്ത ദിവസം എടുക്കുന്നുണ്ട് okay okay okay okay thank you നമ്മൾ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എക്സ്പോസ് ഫാക്ടോ റിസർച്ചിന് ടൈപ്സ് ഓഫ് റിസർച്ചിൽ നമ്മൾ വേറൊരു പേര് പറഞ്ഞായിരുന്നല്ലോ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് കല്യാൺ കല്യാൺ കല്യാണത്തിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം അവർ എത്രമാത്രം ആൾക്കാർ പോകുന്നു എത്രമാത്രം പർച്ചേസ് ചെയ്യുന്നു പക്ഷെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാന്ന് പറഞ്ഞിരുന്നു അതേപോലെയാണ് ഇന്നിപ്പോ ഡെലിക്കന്റ് പറഞ്ഞിരുന്നത് ഇന്നത്തെ പറഞ്ഞിരുന്ന ഡെലിക്കൻസ് ആണ് പറഞ്ഞത് ഉദാഹരണം പറഞ്ഞതും അത് എക്സാമ്പിൾസ് ഓർത്തിരിക്കും കേട്ടോ ഓരോന്നിന്റെ അപ്പൊ അതിന് കിട്ടും മാം പ്ലീസ് പ്ലീസ് മിസ്കൺസെപ്ഷൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാവോ മാം ഏത് പോയിന്റാ മോളെ first book two forty three page അല്ലേ അത് പറഞ്ഞിട്ടില്ലേ hmm. ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് theoretical knowledge is more valuable than concrete practical knowledge because one cannot generalise അതല്ലേ ചോയ്സ് നമ്മൾ തിയറിയിൽ നമ്മൾ എപ്പോഴും ആയിരിക്കണം തിയറി ഏതൊരു തിയറിയും നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ബ്ലാങ്ക് ആണെന്ന് എനിക്കറിയാം എവിടെ ഏത് നോക്കിയാലും ഏത് പ്രോബ്ലം വന്നാലും നമുക്കത് തിയറിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഏത് പ്രോബ്ലത്തെ എടുത്തു കഴിഞ്ഞാലും ആ പ്രോബ്ലത്തിന് ബേസ് ചെയ്തൊരു തിയറി ഉണ്ടാവും എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളത് ആ തിയറി അതവിടെ ഒരു തിയറി ഉണ്ട് അപ്പൊ ആ തിയറി ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പൊ ആ തിയറി നമ്മൾക്ക് തിയറി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ കേസ് സ്റ്റഡിയിൽ ഇതിന് സയന്റിഫിക് ആയിട്ട് ഇത് എന്തുകൊണ്ട് ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ തിയറികൾ ഒരുപാട് തിയറികളുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എല്ലാ എല്ലാത്തിനകത്തും തിയറികളുണ്ട് അല്ലെങ്കിൽ ഈ ഏജിൽ ഇനിയിപ്പോ ലൈഫ് സ്പാൻ സൈക്കോളജി പോലും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഏജിൽ എന്തുകൊണ്ട് ഇത് വരുന്നു അപ്പൊ ഏജിൽ വരാം അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രോബ്ലം വന്നു മിഡിൽ ഏജ് ഒരു ഫ്രസ്ട്രേഷൻ വന്നിട്ട് നമ്മളെ അടുത്ത് കൊണ്ടുവരുവാണേ മിഡിൽ ഏജിൽ ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് ഉള്ള ഒരു മനുഷ്യൻ ഉദാഹരണമായിട്ട് തന്നെ പറയാം ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ വന്നു വന്നിട്ട് ഇയാള് ഒരാഴ്ചയായിട്ട് ഇയാൾ ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ സ്റ്റാർട്ടിങ് ആണ് ഇയാൾക്ക് എന്തുകൊണ്ട് ഇത്രയും വർഷം ഞാൻ അധ്വാനിച്ചിട്ട് എനിക്ക് ഒന്നും ഒരിടത്തും എത്താൻ പറ്റിയില്ല അപ്പൊ അയാൾ മിഡിൽ ഏജ് ഫ്രസ്ട്രേഷനിലേക്കാണ് പോകുന്നത് അപ്പൊ ഇയാളെ കണ്ടു അപ്പൊ നമ്മൾ ഈ മെന്റൽ ഡിസോർഡർ എല്ലാം ആലോചിച്ചിരിക്കാൻ ഇതിൽ ഏത് മെന്റൽ ഡിസോർഡർ ആണ് ഇയാൾക്ക് എന്ന് ആലോചിച്ചിരുന്നാൽ നമുക്ക് കിട്ടില്ല അപ്പൊ നമ്മൾ എവിടെ പോയി ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ പോയി ഏജ് ഇതാണ് ഇതുകൊണ്ട് ഇയാൾക്ക് പോയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പൊ നമുക്ക് എല്ലാ തിയറികളും ഒരു തിയറിയല്ല എല്ലാ തിയറിയും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം ഇതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് ഹൈപ്പോത്തിസിസ് ചിലപ്പോ നമ്മൾ ഉണ്ടാക്കി ഇത് തെറ്റിപ്പോയി ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഹൈപ്പോത്തിസ് ഇത് ഫോർ ജനറേറ്റിംഗ് ഹൈപ്പോത്തിസ് വേറെ other method for hypothesis testing and theory building എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ ഞാനൊരു ആരോ സംസാരിക്കുന്നുണ്ട് ഞാനൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി ഇപ്പോ എന്റെ മനസ്സിലെ പ്രോബ്ലം വന്നപ്പോ അത് ഞാൻ വളർത്തിയതിന്റെ കുഴപ്പം കൊണ്ടാണ് സാധാരണ നമ്മൾ അവർ പറയും പേരന്റ്ഹുഡിന്റെ അല്ലെങ്കിൽ പേരന്റ്സിന്റെ പ്രോബ്ലം കൊണ്ടാണ് ഈ കുട്ടിക്ക് ഈ പ്രോബ്ലം വന്നത് എന്ന് മ്യൂട്ട് ചെയ്ത് നോക്കൂട്ടോ ഈ കുട്ടിക്ക് ഈ പ്രോബ്ലം വന്നത് എന്ന് പറയുമ്പോ ഡെസി ഈ പ്രോബ്ലം വന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഹൈപ്പോത്തിസ് എന്തായിരുന്നു പേരൻസിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ കുട്ടിക്കുന്ന എന്ന് എന്റെ ഹൈപ്പോത്തിസ് പക്ഷേ ഹൈപ്പോത്തിസ് തെറ്റായി പോയി കുട്ടി പീർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇത് ചെയ്തത് എന്നുള്ളത് ചില സമയത്ത് വരും ചില സമയത്ത് റിസർച്ചറിനെ അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു പ്രാവശ്യം ഒരു കൊച്ചിനെ കൊണ്ടുവന്നേ ഇവരെ കാണാനാണോ എന്നെ കൊണ്ടുവന്നത് എനിക്ക് ഇവരെ കാണാം അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട് അപ്പൊ എന്ത് സംഭവിക്കും നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ട് വരും ചില സമയത്തൊക്കെ ആ കൗൺസിലറെ ഇഷ്ടപ്പെടാതെ വരുന്ന സമയങ്ങള് പിന്നെ കേസ് സ്റ്റഡിയിൽ വന്നിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് പറയുന്ന കുറെ വേർഡ്സ് ഉണ്ട് നമ്മുടെ മുമ്പിൽ വരുന്നവര് പറയുന്ന ആ വേർഡ്സ് ആ വേർഡ്സ് നമ്മൾ കറക്റ്റായിട്ട് ആയിട്ട് എടുത്തു വെച്ചിരിക്കണം ആ വേർഡ്സിൽ അവർക്ക് വേർഡ്സ് അവർ പറയുന്നത് ചിലപ്പോ ഇപ്പം നമ്മളിപ്പോ ഒരു വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് പ്രൊജക്റ്റീവ് ടെക്നിക്സിലെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ചില വേർഡ്സ് അത് അവരെ വല്ലാതെ ബാധിച്ചിട്ടായിരിക്കും അവർ പറയുന്നത് അപ്പൊ ഈ ഒരു പ്രൊപ്പോസിഷൻസോ അഡ്ജക്റ്റീവ്സോ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തി നോക്കി വെച്ചിരിക്കാം എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ട് പറയുന്നു അപ്പൊ ഒരു കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ആരാണോ സൈക്കോളജിസ്റ്റ് ആയിരിക്കുന്നത് അവർക്ക് ഒരു നല്ല പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം ആ പേഴ്സണാലിറ്റി കൊണ്ട് മാത്രമേ നമുക്ക് മച്ചർ പേഴ്സണാലിറ്റി ആ ഒരു പേഴ്സണാലിറ്റി കൊണ്ട് മാത്രമേ നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് കേസ് സ്റ്റഡി എടുക്കുമ്പോൾ ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്തതായിരിക്കണം വളരെ മോശമായിട്ട് ചില സമയത്ത് ഒരു പ്രാവശ്യം ഒരു ഹസ്ബൻഡ് വൈഫ് വന്നിട്ട് ആ നമ്മൾ പറയുന്നത് ആ പെൺകുട്ടിക്ക് അസുഖമുണ്ട് നിങ്ങൾ എന്റെ ഹസ്ബൻഡിനോട് കൂടുതൽ സംസാരിക്കുന്നു നോക്ക് എന്റെ ഹസ്ബൻഡിനോടുമായിട്ട് നിങ്ങൾക്ക് അഫയർ ആണ് എന്ന് പറയും നമുക്ക് കേട്ടിരിക്കുന്ന നമുക്ക് ചിലപ്പോൾ കൈ നിവർത്തിന്ന് കൊടുക്കാൻ തോന്നും പക്ഷെ നമ്മളിതിങ്ങനെ കേട്ടിരിക്കും ഈ കുട്ടി പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് ആ കുട്ടിയുടെ അസുഖത്തിന്റെ ഇന്റൻസിറ്റിയാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇമോഷൻ അല്ല പോകേണ്ടത് കാരണം എന്റെ ഹസ്ബൻഡും നിങ്ങളും തമ്മിൽ റിലേഷൻ ആണ് എന്ന് ആ കൊച്ചു പറയുമ്പോ നമുക്ക് പെട്ടെന്ന് നമുക്കാണ് പകരം ആ കുട്ടിയുടെ അസുഖത്തിന്റെ ഇന്റൻസിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം ആ ഓക്കെ ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ ഞാനിത് പറഞ്ഞത് നമ്മളെ തന്നെ ഹർട്ട് ചെയ്യാണ് ചെയ്യുന്ന ചില സമയത്ത് ചിലർ വന്നിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് എന്ത് നമ്മളുടെ ഇമോഷണൽ ബാലൻസ് പോലും പോകും ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കേസില് എന്റെ ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് ആ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ടോ അയ്യോ അപ്പൊ നമ്മുടെ ഇമോഷണൽ ബാലൻസ് പോലും പോവുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും അങ്ങനെ ഹർട്ട് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ് ഈ കുട്ടി എന്നോട് ഇത് പറഞ്ഞെങ്കിൽ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ വീട്ടിലൊരവസ്ഥയുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളിൽ ആളാണ് സ്നേഹം എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് കൗൺസിലറിനെ കണ്ടിട്ട് ഒരു മണിക്കൂർ പോലും ആകുകയല്ല എന്നിട്ടും പറഞ്ഞത് നിങ്ങൾ തമ്മിൽ നേരത്തെ തൊട്ടേ ഫോൺ കോൾ ഉണ്ടായിരുന്നു കണ്ടില്ലേ എന്ന് പറയുമ്പം ആ കുട്ടിയുടെ അസുഖത്തിന്റെ ഇന്റൻസിറ്റിയാണ് എടുക്കേണ്ടത് നമ്മുടെ ഇമോഷണൽ ബാലൻസ് അല്ല കളയേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് കെസ്റ്റഡിയിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രതിസന്ധിയിലൂടെ ആയിരിക്കും പോകുന്നത് വരുന്ന വ്യക്തികൾക്ക് ആ വന്നിരിക്കുന്ന വ്യക്തിക്ക് നമ്മളെ എപ്പോഴും നമ്മളെ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല ഒരു പ്രാവശ്യം പ്രോബ്ലം സോൾവ് ചെയ്തു രണ്ടു പ്രാവശ്യം പ്രോബ്ലം സോൾവ് ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം സ്വയം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആ രീതിയിൽ മനസ്സിലായല്ലോ അല്ലേ കേസ് സ്റ്റഡി മനസ്സിലായില്ലേ ഇനി ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ മക്കൾക്ക് മനസ്സിലാകും നന്നായിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് മാം വൺ ഡൗട്ട് ക്രോസ് എക്സാമിനേഷനും കൂടെ ഒന്ന് പറയാവോ മാം ക്രോസ് എക്സാമിനേഷൻ ഇതിനകത്ത് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ക്രോസ് ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൂട്ടി തന്നെ ആക്കി വെക്കും കാരണം നമുക്കറിയാലോ എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് കേസ് സ്റ്റഡി വരുന്നതിന് തൊട്ട് മുമ്പ് സാധാരണ ഞാൻ ഇങ്ങനൊരു ഇതാണേ ഇവരെയൊക്കെ പുറത്ത് ഇരുത്തിയിരിക്കുകയാണ് വരുന്നവരെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരായിരിക്കുമല്ലോ ഒരു ഒരു സെന്റർ ആണെങ്കിൽ അകത്തോട്ട് വരുന്നത് അപ്പൊ പുറത്തിരിക്കുന്നവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെക്കുന്നുണ്ടേ ഇനി ഇതിനൊരു ക്രോസ് ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ പറയാം ഒരു പ്രാവശ്യം ഒരു ഹസ്ബൻഡ് വൈഫ് വന്നു എന്നിട്ട് രണ്ടുപേരും കൂടി അകത്ത് കയറി വന്നു സംസാരിച്ചു അപ്പൊ വൈഫ് പറഞ്ഞു എപ്പോഴും എന്നെ സംശയമാണ് എന്നോട് ഇങ്ങനെ പ്രോബ്ലം ആണ് അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇവള് എപ്പോഴും ഒറ്റയ്ക്ക് സംസാരിക്കും ഇങ്ങനെ കുറെ കംപ്ലൈന്റ് ഈ കുട്ടിയെ കുറിച്ചുണ്ട് ചേട്ടൻ ഞാൻ പറഞ്ഞു ഓക്കെ ഹസ്ബൻഡിനല്ലേ പ്രോബ്ലം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം മോള് കുറച്ചു നേരം പോയി പുറത്തിരിക്കാന്ന് പറഞ്ഞു ഈ കൊച്ചു പുറത്ത് പോയിരുന്നു പുറത്ത് പോയി ഇരിക്കുമ്പോ എനിക്ക് ജനലിൽ കൂടെ കാണാൻ കുട്ടി ഇരിക്കുന്നത് മീൻസ് പ്രായമുള്ളവരാണ് കേട്ടോ മിഡിൽ ഏജ് ആണ് കുറച്ചു നേരം ഇരുന്ന് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു ഇദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്രോബ്ലംസ് അപ്പൊ ഞാൻ ഈ കൊച്ചിനോട് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ കുട്ടി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നോക്കി ഫോണിലാണോ അല്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉറക്കെ ഉറക്കെ സംസാരിക്കുന്നുണ്ട് ഞാനൊന്ന് മിണ്ടിയിലെ കുറച്ച് കഴിഞ്ഞ് അവളോട് കയറി വരാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ഇവളെ ഈ പുറത്തിരുത്തിയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും എന്റെ കയ്യിൽ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മനസ്സിൽ ഇവൾ ഒറ്റയ്ക്ക് സംസാരിച്ചില്ല എന്നതാണ് ഇവള് പറയുന്നത് ഇവൾ ഒറ്റയ്ക്ക് സംസാരിച്ചു എന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത് എന്റെ ആവശ്യമാണ് ഒരു എക്സാമ്പിൾ ഇനി വേറെയും ഉണ്ടാവും അഡോളസൻസ് കുട്ടികൾ വരുമ്പോൾ അവർ പുറത്തിരിക്കുമ്പോൾ തന്നെ മിക്കവാറും ഞാനിവിടെ എന്താ പാലക്കാടുള്ള പോലീസുകാരുടെ ഫാമിലി മുഴുവൻ വരാറുണ്ട് കേട്ടോ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ ചില പോലീസുകാർ വരുമ്പോൾ അവർക്ക് വലിയ വിഷമം ഉണ്ടാവുമ്പോൾ കുട്ടികളെ വരുമ്പോൾ അപ്പൊ അവര് വരുന്നതിന് മുമ്പ് തന്നെ അവര് വരുമ്പോഴേ നോക്കിയിട്ടുണ്ടാവും ഒബ്സർവേഷൻ ഉണ്ടല്ലോ രണ്ടും കൂടി വരുമ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം തൃശ്ശൂർ നിന്നായിരുന്നു കേട്ടോ പോലീസുകാർ വന്നപ്പം ഒരു കൊച്ചിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഒരു അഡോളസെന്റ് കുട്ടിയുണ്ട് ഞാൻ ഈ കൊച്ചിനോട് ചോദിക്കാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒറ്റ ഒബ്സർവേഷനിൽ എന്റെ കയ്യിലുണ്ട് അത് മുഴുവൻ ക്രോസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒന്ന് അറിയപ്പെടുന്ന പോലീസുകാരന്റെ മകൻ എവന്റെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം ഈ പാൻസ് ലോ വേസ്റ്റ് ഇടുക അതിനനുസരിച്ചുള്ള ബനിയൻ ഇടുക മുടി എങ്ങനെ വെക്കുക അപ്പൊ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചിനെ ഒരിക്കലും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഒരു ഒരിക്കലും എവിടുന്ന വരുന്നത് ആരാ എന്ന് വെച്ചാൽ എനിക്ക് യാതൊരു ഇല്ലാത്ത രീതിയിലാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് എന്താ സംസാരിച്ചു എന്നിട്ട് എന്താണ് കുട്ടിക്ക് പ്രോബ്ലം എന്നല്ല ഞാൻ ചോദിച്ചത് മോൻ അച്ഛന്റെ കൂടെ വന്നതല്ലേ അപ്പൊ കൊച്ചിനൊരു ഷർട്ട് ഇടാമായിരുന്നു നല്ലൊരു പാൻസ് ഷർട്ട് അച്ഛന്റെ കൂടെ വരുമ്പോ മാത്രം അതിനകത്ത് ഉണ്ണി ഉണ്ണിക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണേലും ഇട്ടു അന്ന് വെച്ചാല് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ബാലൻസ് ചെയ്ത് ഞാൻ അവിടെ ക്രോസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇവന് മനസ്സിലാകണം അച്ഛന്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്നുണ്ട് അച്ഛന്റെ പ്രൊഫഷനെ ബാധിക്കുന്നുണ്ട് ഇവന്റെ അപ്പൊ നമ്മൾ ആ ക്രോസ് ക്വസ്റ്റ്യൻസ് കുറെ അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മനസ്സിലായോ ഒരാൾ ഒരാൾ പറയൂ ആ യെസ് മാം മനസ്സിലാവുന്നുണ്ടല്ലേ അപ്പൊ ആ ക്രോസ് ക്വസ്റ്റ്യൻസ് അപ്പൊ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു നീ അച്ഛന്റെ കൂടെ അല്ലാത്തപ്പോ നീ നീ ഇട്ടോ ഇടാതെയോ ഒക്കെ പൊക്കും പക്ഷെ അച്ഛൻ എന്ന ഒരു ഫിഗർ അവിടെയുണ്ട് നല്ലൊരു പോലീസ് ഓഫീസറാണ് അറിയപ്പെടുന്ന വ്യക്തിയാണ് അപ്പൊ ആള് ഇതെന്റെ മകൻ എന്ന് പറഞ്ഞ് കാണിക്കുമ്പം എങ്ങനെയായിരിക്കണം ആ അപ്പൊ നീ നല്ല നല്ല അതിനുവേണ്ടി നീ ഒരു പാൻസ ചട്ടം വെച്ചേക്ക അന്ന് മാത്രം നീ ഇതിനെ സ്പൈക്ക് ആക്കരുത് നന്നായിട്ട് വൃത്തിയായിട്ട് പോകും ബാക്കി ദിവസം നിന്റെ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ നീ അവരുടെ കൂടെ കുടിക്കും പക്ഷെ അച്ഛനെ ഒരിക്കലും ബ്ലെയിം ചെയ്യും അപ്പൊ രണ്ട് കാര്യം കുട്ടിക്കവിടെ മനസ്സിലാവുന്നുണ്ട് അവനെ ഞാൻ അവനെയും ഞാൻ അംഗീകരിക്കുന്നുണ്ട് അതേ സമയത്ത് അച്ഛൻ പ്രോബ്ലം പറഞ്ഞിട്ടില്ല ഇവനെ കൊണ്ട് എന്ത് പ്രോബ്ലം ആണെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല അച്ഛൻ വന്നതേ ഉള്ളൂ അപ്പൊ തന്നെ അച്ഛൻ ഹാപ്പിയായി ഇവിടെ കാരണം ഈ മനുഷ്യന്റെ മോഹനാണ് ഇവൻ എന്നറിയുമ്പോൾ അപ്പൊ ക്രോസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്രോസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട് അത് നമ്മൾ ഹാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരിക്കലും ചോദിക്കുന്നത് അതിന് വരില്ല ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് വരില്ല ഒരു പ്രോബ്ലം വരുമ്പോൾ കുറിച്ച് നമ്മുടെ അടുത്ത് തന്നെ പിന്നെയും വരണം അങ്ങനെയാണല്ലോ വേണ്ടത് നമ്മൾ അത്രയും ആ ഇനി ഒരു പ്രോബ്ലം വരുമ്പോൾ ഇവരെ എനിക്ക് വിളിക്കാം എന്നൊരു വിശ്വാസവും വരണം അതോടൊപ്പം നമ്മൾ ഈ രീതിയിലുള്ള പ്രോസസ്സും നമ്മുടെ മനസ്സിലായി മനസ്സിലായി എന്ന് വിചാരിക്കും ഓക്കെ